ക്ലിയർ ആണ് വെറാസ് ഇൻ കോൺവെർസേഷന് നമ്മൾ സാധാരണ രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിനൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഒരു റെക്കോർഡിംഗ് സിസ്റ്റം അവിടെ ഉണ്ടാകണം എന്നില്ല അല്ലെങ്കിൽ ഒരു നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ വാലിഡിറ്റി ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ അത് എത്രമാത്രം റിലയബിൾ ആകണമെന്നോ ഒന്നും നമുക്ക് നിർബന്ധമില്ല പക്ഷേ whereas for the interview process ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കും rapport between the interviewer and interview should be established ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസ്പെക്ട്സും ഇൻഫർമേഷൻസും അതും വളരെ വാലിഡ് ഓറിയന്റഡ് ആയിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫോർമാറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് then what are the characteristics of interview interview ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത് ഒന്ന് attitude of interviewer and interviewee അതായത് ഇന്റർവ്യൂ ചെയ്യുന്ന ആളേനെ നമ്മൾ ഇന്റർവ്യൂവർ എന്നും ഇന്റർവ്യൂവിന് വേണ്ടി ഇരിക്കുന്ന ആരിൽ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻസ് വേണ്ടത് അവരെ നമ്മൾ ആ ഇൻഫർമേഷൻസ് തരുന്ന ആളെ നമ്മൾ ഇന്റർവ്യൂവി എന്നാണ് പറയുന്നത് അപ്പൊ ഇതില് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ആണ് അവിടെ കൊണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഇന്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെ അവിടെ ചോദിക്കുക അതേപോലെ തന്നെ ഒരു ഇന്ററാക്ഷൻസ് അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ദെൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് സാധാരണ ഫസ്റ്റ് സെഷനിലൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും ഒരു ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യും പക്ഷെ ഒരു സെഷനിൽ മാത്രം നമുക്ക് എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ആവാനായിട്ട് സാധിക്കില്ല കളക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ നെക്സ്റ്റ് ഒന്നോ രണ്ടോ സെഷൻസ് ഇന്റർവ്യൂ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാം and it is the interviewer skill എന്താണ് അതായത് രണ്ടാമത്തെ സെഷനിലും ഇന്റർവ്യൂവി അല്ലെങ്കിൽ ആ ക്ലയന്റ് വരിക എന്നുള്ളത് ഇന്റർവ്യൂവറിന്റെ ഒരു സ്കില്ലാണ് കാരണം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ടും വളരെ സ്പെസിഫിക് ആയിട്ടും വളരെ സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കണം പലപ്പോഴും ഒരു എന്താ പറയുക പേഴ്സണൽ ആയിട്ടുള്ളതും ജഡ്ജ്മെന്റൽ ആയിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസോ വളരെ വേഗ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസോ ഒന്നും അവിടെ ചോദിക്കാതിരിക്കേണ്ടതും ഇന്റർവ്യൂവറിന്റെ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡിനെ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നത് ക്ലയന്റിന്റെ വില്ലിങ്നെസ് തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ ഇൻഫർമേഷന്റെ ഒപ്പം നമ്മൾ കളക്ട് ചെയ്ത് വെക്കേണ്ടതാണ് അതിപ്പോ ഏതൊരു ഡാറ്റ ഇപ്പൊ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റനെയർ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റഡി നിങ്ങൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റഡി ആരിലാണോ നിങ്ങൾ നടത്തപ്പെടുന്നത് അവരുടെ ഒരു willingness to participate in the study അത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിലുള്ള ക്ലയൻസിന്റെ ഒരു വില്ലിങ്നെസ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടക്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതാണ് ദെൻ രണ്ടാമത്തെ ആസ്പെക്ട് പറയുന്നതാണ് പ്രോപ്പർ അറ്റ്മോസ്ഫിയർ ഏതൊരു സെഷൻസിലുള്ള പോലെ തന്നെ ഒരു കൗൺസിലിംഗ് സെഷൻസിലുള്ള പോലെ തന്നെ നമ്മൾ ചോദിക്കാനിരിക്കുന്ന സിറ്റുവേഷൻസ് അറ്റ്മോസ്ഫിയറിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ പറയുന്നത് അത് റൂമിന്റെ സ്ട്രക്ചറിലായിരിക്കാം വെന്റിലേഷൻ പ്രോസസ്സിലായിരിക്കാം അതേപോലെ തന്നെ ഒരു റാപ്പോ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ രീതിയിലായിരിക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ അതായത് ഇന്റർവ്യൂവിന്റെ ക്യാരക്ടർ വളരെ ജഡ്ജ്മെന്റൽ ആയിട്ടോ അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടോ വളരെ ഹോസ്റ്റൈൽ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂവർ ആണ് എങ്കിൽ ഒരാളും ആ ഇന്റർവ്യൂവറിനെ സമീപിക്കാനുള്ള സാധ്യത കുറവായിരിക്കും അപ്പോൾ എന്താണോ നമ്മളുടെ ഒബ്ജക്റ്റീവ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ബിഹേവിയറിന്റെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുക എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് and especially by giving respect to the client നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇന്റർവ്യൂ പ്രോസസ്സിന് ഇരിക്കുന്ന വ്യക്തിയോട് നമ്മൾ എത്രമാത്രം റെസ്പെക്ട് കൊടുക്കുന്നുണ്ടോ അത്രമാത്രമായിരിക്കും ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് തിരിച്ചിങ്ങോട്ടും അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലോട്ട് പോകാനുള്ള സാധ്യതയുള്ളത് ദെൻ ദ റെസ്പോൺസസോ ക്രിറ്റിസിസംസോ അല്ലെങ്കിൽ അവോയ്ഡൻസോ അല്ലെങ്കിൽ അത് ആർഗ്യുമെന്റേഴ്സിനോ അല്ലെങ്കിൽ അതോറിറ്റേറിയൻ അപ്രോച്ചസ് അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ നമ്മൾ പരമാവധി ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എസെൻഷ്യൽ ആകുന്നത് നമ്മൾ ലേൺ ചെയ്യാനിരിക്കുന്ന ഒരു പ്രോസസ്സ് അറ്റ്മോസ്ഫിയർ ഓക്കെ ആക്കുക കംഫർട്ട് ആക്കുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് then third point interviewers effective response നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ തിരിച്ച് ഒരു എങ്ങനെയാണ് ഒരു റെസ്പോൺസ് വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻസോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന്റെ രീതിയിൽ വ്യത്യാസം വരുന്നുണ്ടായിരിക്കും അപ്പോൾ maximum it is the uh, interviewer's uh, effectiveness for responding uh, to the client. ഇപ്പോൾ നമ്മളൊരു ചോദ്യം ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നു ആ ക്ലയൻറ്റ് ആൻസർ പറയുന്നു അപ്പോൾ ആൻസർ പറയുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഐതർ വെർബലിയോ അല്ലെങ്കിൽ നോൺ വെർബലിയോ ആ കൺ ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ മെത്തേഡ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഒരു ഒരു റിയാക്ഷൻ ഇന്റർവ്യൂവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കാം അപ്പോൾ പലരും നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം എങ്കിലും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കൺവീനിയന്റ് ആയിട്ട് പറയുന്നത് ഒരു ഇന്റർവ്യൂ സെഷനിൽ കാരണം അതാവുമ്പോൾ ഇത്രയും കൂടി ഒരു സ്പെസിഫിക് ആയിരിക്കും വേറെ പല ഏരിയാസിലോട്ടും ഡൈവേർട്ട് ചെയ്ത് പോകാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള ഒരു റെസ്പോൺസ് ഇന്റർവ്യൂവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണെന്നാണ് പറയുന്നത് then measuring understanding measuring understanding എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ uh, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ക്ലയന്റ് സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വേ ഓഫ് തോട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്ന രീതി നമ്മൾ ആൻസർ പറയുന്ന രീതി അതിനനുസരിച്ചിട്ടാണ് അവരുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതിനാണ് നമ്മൾ മെഷറിങ് അണ്ടർസ്റ്റാ മെഷറിങ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് അവർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻസ് അപ്പൊ അതിൽ പല ഡിഫറെന്റ് രീതിയിലുള്ള ലെവൽസ് നമ്മൾ പറയുന്നുണ്ട് level three and level two are conducting the unstructured and semi-structured interview അപ്പോൾ വൺ ടു ത്രീ ഫോർ എന്നുള്ള പല ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട് ഫൈവ് ഫൈവ് ലെവൽസ് ആണ് പറയുന്നത് വൺ ടു ഫൈവ് ലെവൽസ് ആണ് പറയുന്നത് അപ്പോൾ ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റീസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നോക്കുക ദെൻ റെക്കോർഡിംഗ് റെസ്പോൺസസ് അതായത് ക്ലയന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഡീറ്റെയിൽസ് ഇത് റിട്ടേൺ ഫോമിലായിരിക്കാം അല്ലെങ്കിൽ റെക്കോർഡിംഗ് സിസ്റ്റത്തിലായിരിക്കാം നമ്മൾ സാധാരണ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ ചിലപ്പോൾ നമ്മൾക്ക് എഴുതി പോവാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പൊ ഇപ്പൊ presently most interviewer using the recording system only with the consent of the client അപ്പോൾ ക്ലയന്റിന്റെ ഹെൽപ്പ് സമ്മതത്തോട് കൂടിയിട്ടാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് ദെൻ ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് വരാവുന്നതിന് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇപ്പൊ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇൻ കേസ് നമ്മൾ റെക്കോർഡിംഗ് അല്ല റിട്ടേൺ ഫോർമാറ്റ് ആണെങ്കിൽ പോലും ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്തിട്ടുള്ള റിട്ടേൺ ഫോർമാറ്റ് ആണെങ്കിൽ പോലും സോറി ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്തിട്ടുള്ള റെക്കോർഡിംഗ് സിസ്റ്റം ആണെങ്കിൽ പോലും അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണെങ്കിൽ പോലും അത് കൺസെന്റ് അല്ലെങ്കിൽ ക്ലയന്റിന്റെ സമ്മതത്തോടു കൂടി മാത്രമാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ this is one of the ethical consideration അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് then interviews different from communication നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് അതിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് So these are the basic elements required for an interview session. And the, and the next one is the different types of interview. Uh, there are uh, structured interview ഉണ്ട് uh, semi structured interview ഉണ്ട് അങ്ങനെ different categories of interviews അല്ലെങ്കിൽ types of interviews are there. A structured interview എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the interviewer ask a pre-planned set of questions in the same manner and sequence for each client. അപ്പോൾ പരമാവധി നമ്മൾക്ക് മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു സെഷൻസിൽ ഒരു ടൈം ബൗണ്ട് ആയിട്ട് ടെൻ മിനിറ്റ്സ് ട്വന്റി മിനിറ്റ്സ് അങ്ങനെയുള്ള ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ സെഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ we are using the structured interviews അപ്പൊ അവിടെ വളരെ പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കൗൺസിലർ ഒരു കൗൺസിലർ ആയിരിക്കും നമ്മൾ ഇന്റർവ്യൂവിന് ഉണ്ടാകേണ്ടത് ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണ്ടത് അതേപോലെ തന്നെ പല രീതിയിലുള്ള ക്ലിനിക്കൽ അസസ്മെന്റ് ആസ്പെക്റ്റും ക്ലിനിക്കൽ ഇന്റർവ്യൂവിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പരമാവധി ഇൻഫർമേഷൻസ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് ഫ്രെയിംവർക്ക് ചെയ്യേണ്ടത് ദെൻ ഇത് വളരെയധികം റിലയബിളും അതേപോലെ തന്നെ വാലിഡും ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് unstructured interview unstructured interview is just uh, opposite to the structured interview. The interview have an idea about the possible questions, but depending upon the needs of the client. The order and the sequence of the questions can be changed, modified, etc. by the interviewer. ഇവിടെ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂവില് അവിടെ ഒരു ഗോൾ ഉണ്ടായിരിക്കും പക്ഷേ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഒരു റെസ്പോൺസ് എങ്ങനെയാണോ ക്ലയന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഒക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു ഫോർമാറ്റ് ആയിരിക്കും അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂല് കൊണ്ടുവരുന്നുണ്ടായിരിക്കാം അതൊരു നമ്മൾ പറയില്ലേ ഒരു ഒഴുക്കിനനുസരിച്ചിട്ട് ഒരു ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് അവിടെ പ്രോബ്ലി നമ്മൾ ചോദിക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ നിങ്ങളുടെ വൈവിയൊക്കെ ഏകദേശം ഈ പറഞ്ഞിരിക്കുന്ന ഒരു അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ് അല്ലെ ഒരു ഗോൾ ഉണ്ടായിരിക്കും നമുക്ക് ഇന്നൊരു ഏരിയയിലുള്ള ഒരു വൈവ സ്ട്രക്ചറിങ് ഒക്കെ നടക്കും പക്ഷേ ഓരോ ക്വസ്റ്റ്യൻസിനും നമ്മൾ എന്ത് ആൻസർ പറയുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അവിടെ പോകുന്നുണ്ടായിരിക്കുക ഓക്കെ ദെൻ നെക്സ്റ്റ് കാറ്റഗറി പറയുന്നതാണ് സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ സെമി സ്ട്രക്ചേർഡിൽ രണ്ട് മെത്തേഡും നമ്മൾ യൂസ് ചെയ്യും അതായത് സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും മെത്തേഡും കുറച്ചൊക്കെ നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ബട്ട് ചില സമയങ്ങളിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡപ്പ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ ഒരു കാറ്റഗറി ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മൾ ഇന്റർവ്യൂ മെത്തേഡ്സ് സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിൽ കണ്ടക്ട് ചെയ്യുന്നത് ദെൻ ഇൻടേക്ക് ഇന്റർവ്യൂ അപ്പൊ ഏതൊരു ഇന്റർവ്യൂ സെഷൻസിനായാലും നമ്മൾ ആദ്യം നടക്കുന്നത് ഇൻടേക്ക് ഇന്റർവ്യൂ ആണ് ഇൻടേക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇൻക്ലൂഡ്സ് പ്രസന്റിങ് പ്രോബ്ലം ഇപ്പൊ പ്രസന്റ്ലി അവരുടെ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻസ് എങ്ങനെയാണ് ജോബ് എങ്ങനെ പോകുന്നു ഫാമിലി കണ്ടീഷൻസ് എങ്ങനെ പോകുന്നു ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് എങ്ങനെ പോകുന്നു then history and interpersonal functioning മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻസ് എങ്ങനെയാണ് ജോലി ചെയ്യുന്ന സ്ഥലമായിട്ട് എല്ലാവരുമായിട്ടുള്ള കൊളീഗ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയാണ് വീട്ടിലെല്ലാവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് എങ്ങനെയാണോ ഒരു കൗൺസ് ഒരു ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത് അതാണ് നമ്മൾ ഇൻടേക്ക് ഇന്റർവ്യൂല് നമ്മൾ നോക്കുന്നത് then the interviews directed by the counsellor throughout and it should be done in a such a way that the counselee is able to talk most of the time expressing the problem that is bothering the person. അതായത് ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് നമ്മുടെ ഗോൾ പ്രിസൈസ് ആയിട്ടുള്ള ഗോൾ ഷുഡ് ബി ദർ അതുപോലെ തന്നെ എന്താണോ ക്ലയൻറ്റിൻ ക്ലയന്റ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ക്ലയന്റിൽ നിന്ന് എന്ത് ഇൻഫോർമേഷൻസിനുള്ള അല്ലെങ്കിൽ എന്ത് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് ആണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നതായിരിക്കണം ഒരു ഇൻടേക്ക് ഇന്റർവ്യൂവിൽ നടത്തേണ്ടത് നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വേഗ ആയിട്ടുള്ള ഒരു പിക്ചർ അല്ല നമുക്ക് അവിടെ കിട്ടേണ്ടത് ക്ലയന്റിന്റെ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് അവിടെ ലഭിക്കേണ്ടത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരേ ഒരേ പാറ്റേണിൽ തന്നെ ഒരേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ ക്ലയന്റിന്റെ ലാക്ക് ഓഫ് റെസ്പോൺസിബിലിലോട്ട് ലീഡ് ചെയ്യും അപ്പൊ ഒരു ഇൻടേക്ക് ഇന്റർവ്യൂ ഇനീഷ്യൽ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് കാറ്റഗറി പറയുന്നതാണ് കേസ് ഹിസ്റ്ററി ഇന്റർവ്യൂസ് അപ്പൊ ഇന്റർവ്യൂ മെത്തേഡ് നമ്മൾ പറഞ്ഞു എന്തൊക്കെ പ്രീ റിക്വസിറ്റ്സ് എക്സ്പ്ലനേഷൻ ആയിട്ട് വേണം എന്നുള്ളത് പറഞ്ഞു then different types of interview പറഞ്ഞു നെക്സ്റ്റ് പറഞ്ഞതാണ് case history interviews case history ഇന്റർവ്യൂവിന്റെ ബേസിക് എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the getting the details of the patient's life structured interview ആയിരിക്കും this is a type of structured interview with focus on getting the details of the patient's life okay ഒരു ഓൾറെഡി സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ടായിരിക്കും then what are the basic issues in case history case history എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ it is a detailed taking history taking of the individual about demographic information such as name gender residential address education occupation അങ്ങനെ പോയി എല്ലാ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് വളരെ മൈൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് അവസാനമാണ് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിലോട്ട് എത്തുന്നത് who is referring to person ആരാണ് റെഫർ ചെയ്തത് എന്തിനാണ് റെഫർ ചെയ്തത് അല്ലെങ്കിൽ ആ റെഫർ ചെയ്ത ആള് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള വ്യക്തിയാണോ അത്രയും ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയാണോ ഇനി എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ റെഫർ ചെയ്തത് അതായത് എന്താണ് ആക്ച്വലി ആ ഇൻഡിവിജ്വലിന്റെ പ്രോബ്ലംസ് എന്താണ് എപ്പോഴാണ് ആ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ പ്രോഗ്രസീവ് നേച്ചർ എങ്ങനെയാണ് ഡ്യൂറേഷൻ എന്താണ് എത്ര നാൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഏരിയാസ് ഓഫ് ഫങ്ഷൻസിനെ ബാധിക്കുന്നുണ്ടോ ബാധിച്ചിട്ടുണ്ടോ അങ്ങനെ പോകുന്ന ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു അപ്പോൾ ഇത്രയും കളക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ബേസിക് ഐഡിയ നമുക്ക് ക്ലയന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ സാധിക്കുന്നു അതാണ് പിന്നീട് നെക്സ്റ്റ് സ്റ്റേജിലൊക്കെ ആയിട്ട് അതിന്റെ ഒരു എന്താ പറയുക ഒരു ഡയഗ്നോസ്റ്റിക് പ്രോസസ്സിലോട്ടും അതേപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസിലോട്ടും പോകുന്നത് പിന്നെ പറയുന്നതാണ് മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ നോക്കുന്നു അപ്പൊ ഇത്രയും ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് നോക്കുന്നു റെഫറൽ സിസ്റ്റംസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നു ദെൻ മെഡിക്കൽ ഹിസ്റ്ററി എത്ര എങ്ങനെയാണ് അതായത് എന്തെങ്കിലും രീതിയിലുള്ള സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഇൽനെസ് മുൻപ് ഈ ഒരു പേഷ്യന്റിന് ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുത്തിട്ടുണ്ടോ വേറെ ഏതെങ്കിലും ഒരു ഇൽനെസ് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നു ദെൻ നെക്സ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് the attitude towards life and other related aspects ഇപ്പൊ ഈ ഒരു വ്യക്തി നമ്മുടെ മുമ്പിലിരിക്കുന്ന ക്ലയന്റ് മറ്റുള്ളവരുമായിട്ടോ മറ്റുള്ള പൊതുസമൂഹവുമായിട്ടോ എങ്ങനെയാണ് അവരുടെ ഇൻട്രസ്റ്റ് ആറ്റിറ്റ്യൂഡ്സ് എന്താണ് അവരെങ്ങനെയാണ് അവർ ഫ്രീ ടൈം എങ്ങനെയാണ് അവർ എൻജോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയുമ്പോൾ അവരുടെ സോഷ്യൽ ലൈഫാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത് ദെൻ അനദർ ആസ്പെക്ട് പറഞ്ഞിരിക്കുന്നതാണ് mental status examination that is M S C എന്നാണ് ഞാൻ പറയുന്നത് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the present stage of the individual അവരുടെ ഇപ്പോഴത്തെ പ്രസന്റ് ലെവലിലുള്ള അവരുടെ തോട്ട്സ് എങ്ങനെയാണ് ഇമോഷൻസ് എന്താണ് അവരുടെ സ്പീച്ച് പാറ്റേൺ എന്താണ് അവരുടെ അപ്പിയറൻസ് എങ്ങനെയാണ് ആ ഒരു പ്രസന്റ് സ്റ്റേജ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരാൾ പറഞ്ഞിട്ടായാലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് പറയുന്നതാണ് പക്ഷേ mental status examination M S C എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പേഴ്സണിന്റെ വെർബലി നോൺ വെർബലി ആയിട്ടുള്ള പല കമ്മ്യൂണിക്കേഷൻസിലൂടെയാണ് നമുക്കിത് ലഭിക്കുന്നത് അപ്പൊ ആ ഒരു പേഴ്സണൽ എം എസ് സി എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഒരു കേസ് ഹിസ്റ്ററി ഫോർമാറ്റ് ഇവിടെ എക്സ്പ്ലെയിൻ പറഞ്ഞിട്ടുണ്ട് അതെന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നമുക്കിത് അറിയുന്നുണ്ടായിരിക്കും എല്ലാവരും ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു പ്ലസ് ടു വൺ ഐഡന്റിഫിക്കേഷൻ ഡാറ്റയാണ് അതിൽ നെയിം ഉണ്ടാകും sex age education school or institute അപ്പോ ഐ ഇൻഡിവിജ്വലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസും അക്കാഡമിക് പെർഫോമൻസും ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നിനും ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത്രയും സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ദെൻ പ്രോബ്ലം അവര് പറയാൻ പറയുന്ന പ്രോബ്ലംസ് ക്ലയന്റിന്റെ അഭിപ്രായത്തിൽ എന്താണ് ക്ലയന്റ് ക്ലയന്റിന്റെ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻഫോർമെന്റ് എന്താണ് പ്രോബ്ലംസ് ക്ലയന്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇനി വേറെ ആരെങ്കിലും വേറെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെ ആ വ്യക്തികൾ എങ്ങനെയാണ് ക്ലയന്റിന്റെ ബിഹേവിയറിനെ സ്റ്റേറ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ മൂന്ന് രീതിയിലുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കുന്നു കാരണം ഇത് എടുക്കുന്നത് ആ ഒരു പ്രോബ്ലത്തിന്റെ സീവിയറിറ്റിയും ഇന്റൻസിറ്റിയും അതേപോലെ തന്നെ അതത്ര ഇഷ്യൂ ഉള്ള ഒരു രീതിയിലുള്ളതാണോ മറ്റുള്ളവരെയൊക്കെ അത് എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് പിക്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് then duration of the problem intensity of the problem എത്ര നാളായി അത് തുടർന്നു കൊണ്ടുപോകുന്നിട്ട് മോസ്റ്റ് ഓഫ് ടൈമും ആ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നു ദെൻ പേഴ്സണൽ ഹിസ്റ്ററി അതിൽ birth and development school history medical history social history emotion development premorbid personality the client's fantasy life sexual occupational history family history economic status relationship with with inter relationship interpersonal relationships എത്രയാണ് നമ്മൾ കേസ് ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കുന്നത് അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് രണ്ട് സെക്ഷനായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് എടുക്കാം ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കേസ് ഹിസ്റ്ററിയാണ് ഇതിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയും വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇൻഡിവിജ്വല് പറയണം എന്നില്ല വേറെ ആരുടെങ്കിലും ഇൻഫർമേഷൻസ് ആയാലും നമുക്ക് ഇത് ഇത്രയും തന്നെ നമുക്ക് ലഭിക്കും അടുത്തതാണ് M S C mental status examination എന്ന് പറഞ്ഞിരിക്കുന്നത് അത് പ്രധാനമായിട്ടും ഏതൊരു സെക്രട്ടറി അല്ലെങ്കിൽ സൈക്കോളജി ഫീൽഡില് സെക്രട്ടറി സോഷ്യൽ വർക്ക് ഫീൽഡുകളിലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന എം എസ് സി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇതില് ആ പർട്ടിക്കുലർ ടൈം ഓഫ് ഇന്റർവ്യൂ സെഷൻസിൽ ഇൻഡിവിജ്വൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതിൽ അവരുടെ അപ്പിയറൻസ് നമ്മൾ ഫസ്റ്റില് നമ്മൾ നോക്കുന്നു അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ഗ്രൂമിങ് സ്റ്റൈൽ ആയിരിക്കാം അതേപോലെ തന്നെ വാക്കിംഗ് സ്റ്റൈൽ ആയിരിക്കാം ദെൻ ഐ കോണ്ടാക്ട് മെയിൻ്റനൻസ് ഉണ്ടോ എന്നുള്ളതായിരിക്കാം ദെൻ അവർ റിയാക്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളതായിരിക്കാം അപ്പൊ അങ്ങനെ ജനറൽ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് നമ്മൾ ആദ്യം നമ്മൾ നോട്ട് ചെയ്യുന്നു ദെൻ പിന്നെ നോക്കുന്നത് അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് whether the individual's behavior is uh, appropriate for the age or not ആ ഒരു ക്ലയൻറ്റിന് കൗൺസിലറോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എത്രമാത്രം ഒരു എന്താണ് ഒരു റെസ്പോൺസിബിൾ ആയിട്ടാണ് ആ സിറ്റുവേഷൻസിൽ അവർ ഇരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ബിഹേവിയർ നമ്മളവിടെ നോക്കുന്നു ദെൻ തോട്ട്സ് അതായത് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എത്രമാത്രം ക്ലിയർ ആയിട്ടാണ് അവിടെ ലോജിക്കൽ ആയിട്ടാണ് അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് അവിടെ തോന്നുന്നു നോക്കുന്നത് എന്തെങ്കിലും രീതിയിലുള്ള തോട്ട്സ് ഡിസ്റ്റർബൻസസ് തോട്ട്സ് ഡിസോർഡേഴ്സ് ക്ലയന്റിന്റെ ഭാഗത്തുനിന്നുണ്ടോ നിന്നുണ്ട് തോട്ട് ഇക്കോലാലിയ തോട്ട് പ്രാക്സി അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് മെന്റൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള സിംറ്റംസ് ഇതിൽ പറയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ വേരിയേഷൻസ് ഉണ്ടോ നമ്മൾ നോക്കുന്നു then speech of the uh, client which relates to the quality, content, volume, അല്ലെങ്കിൽ ടോൺ ഓഫ് വോയിസ് ഇങ്ങനെയുള്ള പല ഡയമെൻഷൻസും പറയുന്നുണ്ട് പല പാരാമീറ്റേഴ്സ് ഉണ്ട് സ്പീച്ചിന് അപ്പൊ അതിൽ എത്രമാത്രം എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നു ദെൻ പെർസെപ്ഷൻ അതായത് എന്തെങ്കിലും രീതിയിലുള്ള ഹാലൂസിനേഷൻസോ അല്ലെങ്കിൽ ഇല്യൂഷറി ആസ്പെക്ട്സോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യുന്നു ലൈക്ക് വേറെ എന്തെങ്കിലും വിഷ്വൽ ഹാലൂസിനേഷൻസോ ഓഡിറ്ററി ഹാലൂസിനേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു ദെൻ ഹയർ മെന്റൽ പ്രോസസ്സിംഗ് ആയിട്ട് ഇന്റലിജൻസ് ഇന്റലിജ ഇന്റലക്ച്വൽ കപ്പാസിറ്റീസ് എത്രമാത്രം ഉണ്ട് അത് നമ്മൾ ഐ ക്യു ടെസ്റ്റിന്റെ ഏതെങ്കിലും ഒരു ഡയമെൻഷൻസ് ഒക്കെ എടുത്ത് നോക്കാം ദെൻ മെമ്മറി കപ്പാസിറ്റി പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെമ്മറൈസ് ചെയ്ത് പറയാനുള്ള കപ്പാസിറ്റി എത്രമാത്രം ഉണ്ട് അറ്റൻഷൻ കോൺസെൻട്രേഷൻ ആൻഡ് ഇൻസൈറ്റ് അതായത് എത്രമാത്രം അവർക്ക് അവരുടെ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിൽ നമുക്ക് ലഭിക്കുന്നതാണ് and after all these elements we need to diagnosis the situations ഒരു സമ്മറി നമ്മൾ എഴുതുന്നു ദെൻ ഡയഗ്നോസ് ചെയ്യുന്നു അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സിംറ്റംസിനൊക്കെ ബേസ് ചെയ്ത് നോക്കിയിട്ട് തോട്ട്സും ഇമോഷൻസും ഫീലിങ്സും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഐ സി ഡിയിലോ ഡി എസ് എമ്മിലോ ഉള്ള ഏത് ക്രൈറ്റീരിയമായിട്ടാണ് മാച്ച് ആയിട്ട് വരുന്നത് ആ ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നു for providing the aetiology and therapy planning and we just also mention about the prognosis whether it can be curable recovery ഉള്ളതാവുമോ എത്ര സമയമെടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു അതാണ് ഒരു കൗൺസിലിംഗ് ഡിസൈനിലോട്ട് പോകുന്നത് അതായത് ഏത് തെറാപ്പിയാണ് അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് ഈ ഒരു പ്രോബ്ലം ഉള്ള വ്യക്തികൾക്ക് കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത് അപ്പൊ ആ ഇൻഡിവിജ്വലിന്റെ പ്രിമോർബിഡ് പേഴ്സണൽ പേഴ്സണാലിറ്റിയും അവരുടെ ലിവിങ് സിറ്റുവേഷൻസും ഇന്റലക്ച്വൽ കപ്പാസിറ്റീസും അതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ ദെൻ നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്താന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ് ആണ് ഒബ്ജക്റ്റീവ് ആണ് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യാം some aspect sample sample of ബിഹേവിയറിനെ റിലേറ്റ് ചെയ്ത് നടത്തുന്നതാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ടെസ്റ്റും ഉണ്ട് ഗ്രൂപ്പ് ടെസ്റ്റും ഉണ്ട് individual test at a time ഒരു ഇൻഡിവിജ്വലിന് മാത്രം നമ്മൾ നടത്തുന്നു group test at a time ഒരു നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് നമ്മൾ നടത്തുന്നതാണ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇൻഡിവിജ്വൽ ടെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഇത്രയും കൂടി സമയം എടുക്കും പക്ഷെ ഗ്രൂപ്പ് ടെസ്റ്റിന് പെട്ടെന്ന് തന്നെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും then personality different types of test personality test projective test aptitude achievement intelligence verbal and performance test ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളായിട്ട് പറഞ്ഞിരിക്കുന്നത് okay so this is about the interview and case history assessment okay next യൂണിറ്റിലോട്ട് പോകാം അല്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും മാം ഈ പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞില്ലേ അതന്നെയാണോ ഈ പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഗ്നോസിന് ശേഷമാണ് നമ്മൾ പ്ലാൻ ഓഫ് ആക്ഷൻ വെക്കുന്നത് പ്രൊഗ്നോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പോസിബിലിറ്റി ഓഫ് റിക്കവറി എത്രമാത്രം നമ്മൾക്ക് അത് റിക്കവർ ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രൊഗ്നോസിസ് അത് ചിലപ്പോ ത്രീ മന്ത്സ് കൊണ്ടോ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ സിക്സ് മന്ത്സ് ആയിരിക്കാം ചിലപ്പോൾ മറ്റോ ചിലപ്പോൾ മെഡിക്കേഷൻസ് മാത്രമായിരിക്കാം ചിലപ്പോൾ അത് അത്രയും ക്യൂറബിൾ ആകണം എന്നില്ല അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ ഈ പ്രൊഗ്നോസിസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിന്റെ ഏജ് ഡ്യൂറേഷൻ പിന്നെ കൊമോർബിഡിറ്റി വിത്ത് അതർ ഡിസോർഡേഴ്സ് മറ്റുള്ള മെന്റൽ ഡിസോർഡേഴ്സ് ആയിട്ട് എത്രമാത്രം ഇത് കൊമോർബിഡ് ആയിട്ട് വരുന്നുണ്ട് ജെൻഡർ ഒരു ഫാക്ടർ ഫാക്ടറാണ് അതേപോലെ തന്നെ പ്രിമോർബിഡ് പേഴ്സണാലിറ്റി ഒരു ഫാക്ടറാണ് മറ്റുള്ള സോഷ്യൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒരു ഫാക്ടറാണ് സപ്പോർട്ട് സിസ്റ്റം ഒരു ഫാക്ടറാണ് ഇതെല്ലാതും ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് ഒരു ഡിസോർഡറിന്റെ പ്രൊഗ്നോസിസ് തീരുമാനിക്കുന്നതിന് വേണ്ടി അപ്പൊ ഇതില് മാമ വായിച്ചാല് ഇപ്പൊ നമ്മളിപ്പോ ഇതില് പോയതില് പ്രൊഗ്നോസിസ് കഴിഞ്ഞിട്ട് ചോയ്സ് ഓഫ് തെറാപ്പി വരുന്നുണ്ട് അതാണോ പ്ലാൻ ഓഫ് ആക്ഷൻ വരുന്നത് അതായിട്ട് നമുക്ക് പ്ലാൻ ഓഫ് ആക്ഷൻ ആയിട്ട് അങ്ങനെ എടുക്കാം അതുപോലെ ആദ്യം നമ്മള് പ്രോബ്ലം സ്റ്റേറ്റഡ് ബൈ അതാണ് ചീഫ് കംപ്ലൈൻസ് അല്ലെ ആ അതെ അതെ മൂന്ന് പേരുടെ പറഞ്ഞല്ലോ ക്ലയന്റ് ഇൻഫോർമേറ്റ് അതത് അതാണ് നമ്മൾ ചീഫ് കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് chief complaint by client by informant by other people അങ്ങനെ മൂന്ന് സെക്ഷൻസ് ആയിട്ട് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം ഓക്കെ പക്ഷെ ഇപ്പൊ നമുക്ക് അതിലിപ്പോ മൂന്ന് ആളില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരാൾ ആരാണോ നമ്മൾക്ക് ഇൻഫോർമെന്റ് ആയിട്ടുള്ള ചിലപ്പോ ക്ലയന്റ് തന്നെയായിരിക്കും അപ്പൊ ചീഫ് കംപ്ലൈന്റ് ബൈ ക്ലയന്റ് എന്നുള്ളത് പറഞ്ഞിട്ട് മാത്രം കൊടുത്താൽ മതി അപ്പോ നെക്സ്റ്റ് യൂണിറ്റിലോട്ട് പോകാം അല്ലേ ഓക്കെ നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്രോച്ചസ് ടു കൗൺസിലിംഗിൽ തന്നെ സൈക്കോഡൈനാമിക് ആൻഡ് കൊഗ്നേറ്റീവ് അപ്രോച്ചസ് ആണ് ഓക്കെ അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഏതൊരു കൗൺസിലിംഗ് നടത്തുന്നതും ഒരു രീതിയിലായിരിക്കില്ല ഇപ്പൊ നമ്മൾക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പനിയോ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഇൽനെസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാറ്റേണിലുള്ള അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പിലുള്ള പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ അല്ല നമ്മൾ കഴിക്കുന്നത് അല്ലെ പല ടൈപ്സ് അല്ലെങ്കിൽ പല കമ്പനീസിന്റെയോ പല കമ്മോഡിറ്റീസിന്റെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കാരണം അത് ഏതാണ് ഏറ്റവും കൂടി ഇഫക്റ്റീവ് ആവുന്നത് ചിലവർക്ക് ചില കമ്പനീസ് ചില മെഡിക്കൽ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ആണ് ഇത്രയും കൂടിയും ആപ്റ്റ് ആവുന്നുണ്ടായിരിക്കുക ചിലർക്ക് മറ്റൊന്നായിരിക്കും അതേപോലെ തന്നെ സൈക്കോളജിക്കൽ തെറാപ്പീസിലും ഒരുപാട് അപ്രോച്ചസ് ഉണ്ട് പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് പല കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പൊ ചിലർ റിലാക്സേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും ചിലവര് ക്ലയന്റിന്റെ ക്ലയന്റിന്റെ മോട്ടീവ്സിന് അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി എന്നൊക്കെ നമ്മൾ പറയും അവരുടെ അംബീഷൻസ് അവരുടെ മോട്ടിവേഷൻ അവരുടെ ഇന്ന എന്താ പറയുക സെൽഫ് റെസ്പെക്ട് സെൽഫ് കോൺഫിഡൻസ് അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും സെഷൻസ് കൊണ്ടുപോവുക ചിലവരാണെങ്കിൽ ക്ലയൻസിന്റെ തോട്ട്സ് അത് റീസ്ട്രക്ചർ ചെയ്യുക അത് വീണ്ടും റീകോമ്പോസിറ്റ് ചെയ്യുക അതിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ അതിനെ റാഡിക്കേറ്റ് ചെയ്യുക അങ്ങനെ ആ ഒരു ഫ്രെയിം വർക്കിലായിരിക്കും ഒരു സെഷൻസ് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും ചിലവര് സെഷൻസ് കൊണ്ടുപോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് റീഎൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്ത് ഒരുപാട് ലേണിംഗ് പ്രിൻസിപ്പിൾസിലൂടെയോ റീഎൻഫോഴ്സ്മെന്റ് കൊടുത്ത് കണ്ടീഷനിങ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഒരു ബിഹേവിയർ അവിടെ സെഷൻസിലായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഏതൊരു കൗൺസിലിംഗ് സെഷൻസിനായാലും ഒരുപാട് അപ്രോച്ചസ് ഉണ്ട് ആ ഏത് അപ്രോച്ചസ് എടുത്താലും ഇപ്പൊ ചില അപ്രോച്ചസ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും ചില ഡിസോർഡേഴ്സിന് ചില അപ്രോച്ചസ് അത്ര അങ്ങോട്ട് ഇഫക്റ്റീവ് ആവണമെന്നില്ല പക്ഷെ ഇപ്പൊ പ്രസന്റ്ലി എല്ലാ അപ്രോച്ചസിൽ നിന്നും ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു അപ്രോച്ചസ് ആണ് ഇപ്പൊ പ്രസന്റ്ലി നമ്മൾ നടത്തുന്നത് അപ്പൊ അതില് അതേപോലെയുള്ള രണ്ട് അപ്രോച്ചസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് ഒന്ന് സൈക്കോഡൈനാമിക് സൈക്കോഡൈനാമിക് ഒബ്ജക്റ്റ് അപ്രോച്ചസിൽ സിഗ്മൺ ഫ്രോയിഡ് ആണ് father of psychoanalysis Sigmund Freud ആണ് ഈ ഒരു ഇൻട്രൊഡ്യൂസ് ഈ ഒരു അപ്രോച്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ ഫ്രോഡിയൻ പ്രിൻസിപ്പിൾസും ഉണ്ട് നിയോ ഫ്രോഡിയൻ പ്രിൻസിപ്പിൾസും പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു ആസ്പെക്ട് പറയുന്നുണ്ട് രണ്ടാമത്തത് കൊഗ്നറ്റീവ് അപ്രോച്ചസ് ആണ് അപ്പോൾ ഫ്രോയിഡിയൻ്റെ അപ്രോച്ചസിൽ പാസ്റ്റ് ലൈഫിനെ അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസിനാണ് അവർ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ കുറെ സെഷൻസും കൗൺസിലിംഗ് അപ്രോച്ചസും തെറാപ്പീസും ഒക്കെ നടത്തുന്നത് കൊഗ്നറ്റീവ് അപ്രോച്ചസ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ തിങ്കിങ് പ്രോസസ്സിലാണ് how we think whether my thought is logic whether my thought is in logic whether my thought is rational അല്ലെങ്കിൽ ഇറാഷണൽ അല്ലെങ്കിൽ ബിലീഫ് ആണോ അല്ലെങ്കിൽ നോൺ ബിലീഫ് ആണോ ആ തോട്ട്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണോ അങ്ങനെ ഒരു പാറ്റേണിലാണ് കൊഗ്നേറ്റീവ് അപ്രോച്ചസുകാർ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതിൽ ആരോൺ ഫീഡ്ബാക്ക് ഉണ്ട് ആൽബർട്ട് എലീസ് ഉണ്ട് ദെൻ ഡൊണാൾഡ് മേക്കൻ ബോം ഉണ്ട് ഇങ്ങനെ പല പല ആൾക്കാരാണ് ഈ പറഞ്ഞിരിക്കുന്ന കോഗ്നേറ്റീവ് അപ്രോച്ചസുമായി ബന്ധപ്പെട്ട് സെഷൻസ് അല്ലെങ്കിൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറാപ്പീസ് ഒക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെയാണ് ഫ്രോയിഡിയൻ സൈക്കോഡൈനാമിക് തിയറി ഇപ്പൊ സൈക്കോ അനാലിറ്റിക് തിയറിയുടെ ഫൗണ്ടറാണ് സിഗ്മൺ ഫ്രോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഒരുപാട് ഡിസിപ്ലിനിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് സൈക്കോളജിന്റെ സോഷ്യോളജിന്റെ ആന്ത്രപ്പോളജിന്റെ ലിറ്ററേച്ചർ ഉണ്ട് ആർട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ഏരിയാസ് ഓഫ് ഡെവലപ്മെന്റും കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് വ്യക്തിയായിരുന്നു അദ്ദേഹം and he developed first acceptable personality theory and therapy ഇപ്പൊ സൈക്കോളജിയിലെ ഫസ്റ്റ് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തിയറിയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള തെറാപ്പി കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻസ് എന്താണ് എന്താണ് ബേസിക് കോൺസെപ്റ്റ്സ് എന്താണ് എങ്ങനെയാണ് സൈക്കോഡൈനാമിക് അപ്രോച്ചസ് പോകുന്നത് എന്നുള്ളതിൽ പറയുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് basic concepts of psychodynamic approaches അപ്പോൾ നമ്മൾ ഏതൊരു ഏതൊരു ഇൻഫോർമേഷൻസ് ആയാലും അല്ലെങ്കിൽ ഏതൊരു ട്രീറ്റ്മെന്റ് ആയാലും അതിനൊരു ബേസിക് റൂട്ട് കോസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട്സ് ഉണ്ടായിരിക്കും തിയറംസ് ഉണ്ടായിരിക്കും അതേപോലെയുള്ള കുറച്ച് എലമെന്റ്സ് ആണ് ബേസിക് കോൺസെപ്റ്റ്സ് കോൺസെപ്റ്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൽ ഒന്നാമത്തെയാണ് ലെവൽസ് ഓഫ് മെന്റൽ ലൈഫ് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏതൊരു വ്യക്തിക്കും മൂന്ന് ലെവൽസ് ഓഫ് മെന്റൽ സ്റ്റേറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത് like conscious mind subconscious mind and unconscious mind the conscious mind എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ what we are aware about now ഇപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അവയർനെസ് ഉള്ള സ്റ്റേജ് ആണ് നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് at this time we are not aware about any other matter okay ഇപ്പൊ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് കോൺഷ്യസ് ആയിരിക്കുന്നത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അവെയർ ആയിരിക്കുന്നത് that is the conscious mind എന്ന് പറഞ്ഞിരിക്കുന്നത് which includes the sensation perception memories feelings ഈ പറഞ്ഞിരിക്കുന്ന ഫാൻറ്റസീസ് ഇതൊക്കെ നമ്മൾ അവെയർ ആകുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോൺഷ്യസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ സൈക്കോ അനാലിസിസിൽ കോൺഷ്യസ് ലെവലിനൊന്നും അത്ര വലിയ പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കില്ല രണ്ടാമത്തെ ലെവൽ ഓഫ് മൈൻഡ് ആണ് പ്രീ കോൺഷ്യസ് ലെവൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രീ കോൺഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ we are not presently aware about the situation but we can be able to remember it okay നമുക്കിപ്പം ഇന്നലെ ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ ചോദിക്കുമ്പോഴായിരിക്കും നിങ്ങളത് ഓർക്കുന്നുണ്ടായിരിക്കുക അല്ലെ അതിന് മുൻപ് നിങ്ങൾ അതൊന്നും ഓർത്തിട്ടുണ്ടായിരിക്കില്ല ആ ഒരു മെമ്മറി കിടക്കുന്നത് നമ്മുടെ പ്രീ കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ പ്രസന്റ്ലി അവെയർ അല്ല but we can be able to remember it ആ ഒരു സ്റ്റേജിനെയാണ് പ്രീ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് And according to Freud, these two uh, conscious mind and the preconscious mind is a little uh, evidence for the individual personality. കുറച്ചൊരു കോൺട്രിബ്യൂഷൻസ് മാത്രമേ ആവുന്നുള്ളൂ but the another levels of mind that is unconscious mind it is the most important element for making the personality of the individual that is ഈ ഒരു അൺകോൺഷ്യസ് മൈൻഡിലാണ് ഏതൊരു ഇൻഡിവിജ്വൽസിൻ്റെയും റിപ്രസഡ് ആയിട്ടുള്ള ഐഡിയാസ് തോട്ട്സ് എക്സ്പീരിയൻസ് ഇമോഷൻസ് ഇതൊക്കെ നമ്മൾ കിടക്കുന്നത് എന്നൊക്കെ നമുക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസോ മെമ്മറീസോ അത്തരത്തിലുള്ള ഇമേജസോ അല്ലെങ്കിൽ ചിന്തകളോ ഇതൊക്കെ നമ്മൾ സപ്രസ് ചെയ്ത് അല്ലെങ്കിൽ റിപ്രസ്ഡ് ലെവലിൽ കിടക്കുകയായിരിക്കും നമുക്കത് പെട്ടെന്ന് ഓർക്കാനും കിട്ടില്ല നമ്മൾ കുറച്ചധികം ശ്രമിച്ചാലൊന്നും അത് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മയിൽ വരണമെന്നില്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു ഐസ്ബർഗ് നമ്മൾ ടൈറ്റാനിക് കപ്പലൊക്കെ തട്ടിയിടാൻ മറിച്ചിടാൻ കാരണമായിട്ടുള്ള ഒരു ഐസ്ബർഗ് ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ഏറ്റവും അറ്റത്ത് നോക്കിയപ്പോ ആ ഒരു ഐസ്ബർഗിന്റെ കുഞ്ഞൊരു പോർഷൻ മാത്രമാണ് വെള്ളത്തിന് മുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളുടെ ഈ ലെവൽസ് ഓഫ് മൈൻഡിനെ ഒരു ഐസ്ബർഗിന്റെ പോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്യാം അപ്പൊ ആ വെള്ളത്തിന്റെ മുകളിൽ ഒരു കൂന് ഒരു കോർണ് പോലെ ഒരു കോൺ പോലെ മുകളിലോട്ട് മാത്രമായിട്ട് കാണുന്ന ഒരു പോർഷൻ ആണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കത് പ്രസന്റ്ലി കാണാൻ പറ്റും അറിവ് അവെയർ ആകാനായിട്ട് സാധിക്കും ഇനി കുറച്ചൊന്ന് അതിന്റെ അരുവത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഐസ്ബർഗ് താഴത്തോട്ട് വെള്ളത്തിലോട്ട് കുറച്ച് ഇങ്ങനെ വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് പോർഷൻസ് അതിനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളൊന്ന് പ്രസന്റ്ലി അവെയർ അല്ല പക്ഷെ നമ്മൾ എത്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അതിന്റെ കുറച്ച് പോർഷൻസ് നമുക്ക് കാണാൻ സാധിക്കും but there is another most area another major area that is spread over the sea അതായത് നമുക്ക് കാണാനേ സാധിക്കില്ല അത്രയും ഇൻഡക്തില് അതിന്റെ ആ ഒരു ഗ്രാസ് റൂട്ട് പോയിട്ടുണ്ടായിരിക്കും ആ ഒരു പോർഷനാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ടൈറ്റാനിക് ഞാൻ പറയാൻ കാരണം പെട്ടെന്ന് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ മുകളിലെ ഭാഗം മാത്രമേ കണ്ടുള്ളൂ പക്ഷെ താഴത്തെ ഭാഗം അത്രയും വാസ്റ്റ് ആയതുകൊണ്ട് അത് കാണാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്സിഡന്റ് അവിടെ ഉണ്ടായതെന്ന് നമുക്ക് പറയാം അതേപോലെ തന്നെ ഒരു ഹ്യൂമൻ മൈൻഡില് പുറമേ കുറച്ച് ഭാഗം പുറമേ നമുക്ക് കോൺഷ്യസ് ആവുന്ന കുറച്ച് ഭാഗമായിരിക്കും പറ്റും നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് റിക്കവർ ആകാൻ പറ്റുന്ന ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് പക്ഷേ there are a lot of our thoughts memories emotions അല്ലെങ്കിൽ റിപ്രസഡ് ആയിട്ടുള്ള പല എക്സ്പീരിയൻസുകളൊക്കെ കിടക്കുന്നത് എവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന അൺകോൺഷ്യസ് മൈൻഡിലാണ് and according to Freud the unconscious continues to influence our behaviour and experience even though we are not aware of these underlying influences അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന പല രീതിയിലുള്ള എക്സ്പീരിയൻസും പല രീതിയിലുള്ള ഇമോഷൻസും അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള പല സിറ്റുവേഷൻസും ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന പല മെമ്മറീസും ഒക്കെ അതൊക്കെ ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് ലേറ്റർ ലൈഫിൽ അവർക്ക് ഉണ്ടാകുന്ന പല പേഴ്സണാലിറ്റി പ്രോബ്ലംസും എമർജ് ചെയ്യാൻ എന്നാണ് ഫ്രോയിഡ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ മൂന്ന് ലെവൽസ് ഓഫ് മെന്റൽ ലൈഫ് ഉണ്ടെന്നാണ് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തത് പറഞ്ഞതാണ് ഇൻസ്റ്റിങ്സ് ഏതൊരു വ്യക്തിയിലും രണ്ട് രീതിയിലുള്ള ഒരു ഇൻസ്റ്റിങ്ച്വൽ കപ്പാസിറ്റീസ് ഉണ്ടായിരിക്കും അതായത് ഒരു ഇറോസ് ആൻഡ് തനാട്ടോസ് എന്നാണ് അതിനെ പറയുന്നത് അത് ഒരു ലൈഫ് എനർജിയും ഒരു ഡെത്ത് എനർജിയും എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നാണ് പറയുന്നത് ലൈഫ് എനർജിനെയാണ് ഇറോസ് എന്ന് പറയുന്നത് ഒരു സൈക്കിക് എനർജി എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ഈ ലൈഫ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ലിബിഡോ എനർജിയാണ് നമ്മളെ കുറച്ചും കൂടി മൂവ് ചെയ്യിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെ ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ലീഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ലിബിഡിനൽ എനർജി അല്ലെങ്കിൽ സൈക്കിക് എനർജി അല്ലെങ്കിൽ ലൈഫ് എനർജിയുടെ ഭാഗമായിട്ടാണ് ചില സമയങ്ങളിൽ ഏതൊരു ഇൻഡിവിജ്വലിനും പലപ്പോഴും ഒരു അഗ്രഷൻ ഉണ്ടാകാം ക്രുവാലിറ്റി ബിഹേവിയർ ഉണ്ടായിരിക്കാം സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടായിരിക്കാം മർഡറിങ് അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കാം അതൊക്കെ ഉണ്ടാകുന്നത് that individual has a processing a thanatos അല്ലെങ്കിൽ ഡെത്ത് എനർജി ഉള്ളത് കൊണ്ടാണ് ഓക്കെ അപ്പൊ ഏതൊരു ഇൻഡിവിജ്വലിനും ഈ ഒരു രണ്ട് ടൈപ്പ് ഓഫ് എനർജി ഉണ്ട് ഒരു ലൈഫ് എനർജി ഉണ്ട് ഒരു ഡെത്ത് എനർജി ഉണ്ട് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് defence mechanisms which aims to reduce anxiety and painful states ഏതൊരു ഇൻഡിവിജ്വലിൻ്റെയും പെയിൻഫുൾ ആയിട്ടുള്ളതോ നമ്മളുടെ സെൽഫിനെ ത്രട്ടൺ ചെയ്യുന്നതുമായിട്ടുള്ള ഏതൊരു സിറ്റുവേഷൻസ് വന്നാലും അതിനെ റിക്കവർ um, ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഡിഫൻറ്റീവ് മെഷേഴ്സിനെയാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിഫൻസ് മെക്കാനിസം പ്രധാനമായിട്ടും ഒരു അൺകോൺഷ്യസ് പാർട്ടിന്റെ ഭാഗമായിട്ടാണ് അൺകോൺഷ്യസ് മൈൻഡിന്റെ ഭാഗമായിട്ടാണ് ഡിഫൻസ് മെക്കാനിസംസ് പലപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ചില ഒരു നാലഞ്ച് ഡിഫൻസ് മെക്കാനിസത്തിന്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഒന്ന് റാഷണലൈസേഷൻ റാഷണലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ which is explanation provided for irrational or unacceptable behaviour അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ വരുത്തി പക്ഷെ ആ മിസ്റ്റേക്കിനെ നമ്മൾ കൊണ്ട് അത് ആ ഭാഗത്തു കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാരണമാണ് അത് അങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മൾക്ക് പറയാനായിട്ട് ഇടവരുന്നെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിയാക്ഷനെയാണ് റേഷണലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് and if you do not get admission for certain course you will say the course is not a good for good of a uh, career അപ്പോൾ നമുക്കത് നമ്മൾ ചെയ്ത ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഒരു ഗിൽട്ടി ഫീലിങ്ങിലോട്ട് നമ്മൾ പോകാ ആ ഒരു മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റാഷണലൈസേഷൻ ദെൻ റിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള തോട്ട്സോ ഫീലിങ്സോ മെമ്മറീസ് ഒക്കെ നമ്മൾ അൺകോൺഷ്യസ്ലി അതിങ്ങനെ പുഷ് ചെയ്ത് കളയുന്നു നമ്മളത് പ്രത്യേകിച്ച് അത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മളത് ഇങ്ങനെ മറച്ചു വെക്കുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a shifting emotion reaction from one person or situation to another situations അതായത് നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ the mother punish child and child becomes angry He cannot express his anger on mother, hence he displays it and so show it on toys or other younger siblings okay അപ്പൊ നേരിട്ട് നമുക്കൊരു സ്ഥലത്ത് അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല പക്ഷെ അത് എക്സ്പ്രസ് ചെയ്തത് വേറൊരു രീതിയിൽ വേറൊരു സിറ്റുവേഷനിൽ നമ്മളത് മാറ്റുന്നു അത്തരത്തിലുള്ള ബിഹേവിയറിനാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ദെൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ to get relief from anxiety, a person attribute to the source of anxiety to external world rather than his own fault. അതായത് ഇപ്പൊ ഒരു ബോസ് ഒരു വർക്കറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വഴക്ക് പറഞ്ഞെന്നുണ്ടെങ്കിൽ ബോസിന്റെ അടുത്ത് തിരിച്ച് ദേഷ്യപ്പെടാൻ സാധിക്കില്ല നേരെ വേറൊരു വ്യക്തിയുടെ അടുത്ത് അത് ദേഷ്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു ഓക്കെ ആട്രിബ്യൂട്ട് ടു അതേഴ്സ് മറ്റുള്ളവരിലോട്ട് നമ്മളത് ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ പിന്നെ ഇൻട്രോജെക്ഷൻസ് എന്ന് പറയുന്നത് which involves the adoption of other people's attitudes or behaviour as if they were one's own parents value are introjected by child as is own values then reaction formation പലപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫീലിങ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ബിഹേവിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ um, വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളത് റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു അതിനെയാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസംസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിന്റെ ആങ്സൈറ്റിനെ അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള ഇമോഷൻസിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനെയാണ് ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദെൻ നാലാമത്തെ ഒരു പ്രിൻസിപ്പിൾ ആണ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റൽ സ്റ്റേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രോഡിന്റെ അഭിപ്രായത്തിൽ അഞ്ച് സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോഴേക്കും ഒരു ഇൻഡിവിജ്വലിന് psychologically and sexually fully matured ആകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ അഞ്ച് സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത് ടു പിബേർട്ടി വരെയുള്ള സ്റ്റേജസ് ആണ് കാരണം അദ്ദേഹം ഏർലി ചൈൽഡ്ഹുഡിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു പർട്ടിക്കുലർ സെക്ഷൽ ഡെവലപ്മെന്റൽ സ്റ്റേജസ് വരെ എന്തൊക്കെ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ടോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ അതിന്റെ ഒരു കോൺസിക്വൻസസ് ആണ് ബാക്കിയുള്ള ലൈഫ് ബാക്കിയുള്ള ഡെവലപ്മെന്റൽ ആസ്പെക്ട് എന്നാണ് ഫ്രോയിഡ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജ് ഇവിടെ പ്രാധാന്യമായിട്ട് വന്നത് അതിൽ ഒന്നാമത്തെ സ്റ്റേജ് ആണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് birth to eighteen months of period ആണ് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കുട്ടികളുടെ ഒരു പ്ലഷർ സീക്കിംഗ് ബിഹേവിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് through the lips tongues and mouth related ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് like sucking swallowing spitting biting ഇതൊക്കെയാണ് ഒരു ഒരു ഗ്രാറ്റിഫിക്കേഷൻ കുട്ടികൾക്ക് ലഭിക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു ഗ്രാറ്റിഫിക്കേഷന്റെ എക്സസീവ് ആയിട്ട് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടിയാലും ഇൻസഫിഷ്യന്റ് ആയിട്ട് ആണ് ആ ഒരു ഓറൽ സ്റ്റിമുലേഷൻ കിട്ടുന്നതെങ്കിൽ ആ കുട്ടിയുടെ ഓറൽ പാസീവ് പേഴ്സണാലിറ്റി ഡിസബിലിറ്റി എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് അഡൽട്ട്ഹുഡിലെ കുട്ടികൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ് ആണ് anal stage eighteen months to three years മൂന്ന് വർഷം വരെയുള്ള കാലയളവിലാണ് ഈ ഒരു സ്റ്റേജിൽ കുട്ടികളുടെ gratification through mouth to anal region defecation and urine urination ഈ രണ്ട് കാര്യങ്ങളിലാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രായത്തിലാണ് അവർക്ക് ടോയ്ലറ്റ് ട്രെയിനിങ്ങും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺട്രോളിങ് കാര്യങ്ങളും ഒക്കെ നമുക്ക് കുട്ടികൾക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ എങ്ങനെയാണോ ആ കുട്ടികൾക്ക് ആ ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഫോഴ്സ് ചെയ്തിട്ടാണോ ഹെറാസ് ചെയ്തിട്ടാണോ ചിലപ്പോൾ പലരും പല ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യും പേടിപ്പിക്കാം അങ്ങനെ പല പല മെത്തേഡ്സ് കുട്ടികളെ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ആനൽ സ്റ്റേജിൽ കൂടെ കുട്ടികൾ കടന്നു പോകുന്നത് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നതെങ്കിൽ ലേറ്റർ ലൈഫിൽ അവർക്ക് ഒരു lack of control oh over their anal stage അല്ലെങ്കിൽ ഓവർ ദെയർ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷൻ സ്റ്റേജിന് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പൊ അതൊരു കോൺഫ്ലിക്റ്റിലോട്ട് ലീഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ ഒരു ഒബ്സസീവ് ഒ സി ഡിയിലോട്ടൊക്കെ ലീഡ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കണ്ടു കാണാറുണ്ട് ദെൻ നെക്സ്റ്റ് സ്റ്റേജ് പറയുന്നതാണ് phallic stage it is three to five years of age ആണ് അപ്പൊ ഈ ഒരു സ്റ്റേജിൽ the gratification is focused on the sex organ behaviour of examining observing and masturbating seen in the stage The infant uh, boy forms identification with his father. Oedipus complex Electra complex എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആസ്പെക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു അതായത് കുട്ടി പെൺകുട്ടികളാണെങ്കിൽ അച്ഛനോടായിരിക്കും കൂടുതൽ അട്രാക്ഷൻ ആൺകുട്ടികളാണെങ്കിൽ അമ്മയോടായിരിക്കും കൂടുതൽ അട്രാക്ഷൻ അത്തരത്തിലുള്ള ഒരു സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ കൂടുതലും എമേർജ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഫാലിക് സ്റ്റേജ് എന്നാണ് ഫ്രോയിഡ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ മറ്റുള്ള സ്റ്റേജസേക്കാളും ഒരുപാട് ഒരുപാട് കോൺട്രഡിക്ടറി ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ക്രിറ്റിസിസംസ് നേരിടേണ്ടി വന്ന ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ആണ് ഈ ഒരു ഫാലിക് സ്റ്റേജ് കാരണം അത്തരത്തിലുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഇത്ര ചെറിയ കുട്ടികളിലും എത്രമാത്രം ഉണ്ടാകും എങ്ങനെയാണ് അത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ക്ലാരിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ദെൻ നെക്സ്റ്റ് സ്റ്റേജ് പറയുന്നതാണ് latency period it is from five years to puberty വരെയുള്ള ഒരു ഏജ് ആണ് ലേറ്റൻസി പീരീഡ് അപ്പൊ ഈ ഒരു സ്റ്റേജിൽ സെക്ഷൽ ഡെവലപ്മെന്റ് ഒക്കെ ഒരു ഇനാക്റ്റീവ് ആയിരിക്കും libidinal energy is transferred to athletics അല്ലെങ്കിൽ പിയർ uh, റിലേഷൻഷിപ്സ് എന്നുള്ള ഒരു രീതിയിലോട്ടൊക്കെ കൂടുതലും ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്റ്റേജ് ആണ് ലേറ്റൻസി പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദെൻ ലാസ്റ്റ് സ്റ്റേജ് ആണ് genital stage it is from puberty to end of life ഈ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേജ് വരെയാണ് ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the reawakening of sexual energy and seek its gratification അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് സ്റ്റേജസിൽ കൂടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ psychological and sexual development fully developed ആകും അതിൽ വരുന്ന ഒരു ഫിക്സേഷൻ അല്ലെങ്കിൽ അതിൽ വരുന്ന ഒരു റിട്ടാർഡേഷൻ ഓഫ് ഗ്രോത്ത് ആണ് പലപ്പോഴും ഒരു ലേറ്റർ ഓൺ ഡിഫിക്കൽട്ടി പേഴ്സണാലിറ്റിയിലോട്ടൊക്കെ ലീഡ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ദ നെക്സ്റ്റ് വൺ പറയുന്നതാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ഫ്രോയിഡിന്റെ അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മൂന്ന് കമ്പോണൻസ് ആണ് പേഴ്സണാലിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇത് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a basic principle inherited drives and instincts pleasure principle ആണ് അപ്പൊ ഏതൊരു വ്യക്തിയായാലും ബർത്ത് ഹ്യൂമൻസിന്റെ ബർത്തിന് ശേഷം അവരെ ഗ്രാ ബയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനോ ഗ്രാറ്റിഫൈ ചെയ്യാനാണ് ഏതൊരു വ്യക്തികളും ആദ്യം ശ്രമിക്കുന്നത് so it is a primitive ആയിട്ടുള്ളൊരു നീഡാണ് ഒരു ഗോളാണ് ഇത് എന്ന് പറഞ്ഞിരിക്കുന്നത് ദെൻ ദ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ to obtain pleasure and to avoid pain അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യുന്ന അല്ലെങ്കിൽ എങ്ങനെയും നമ്മൾ പ്രതികരിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഇത് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇത് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടികളില് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിയാലിറ്റി അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിലാണ് കൂടുതലും ഇത് പ്രിൻസിപ്പിൾസ് വരുന്നത് ആൻഡ് ഇത് നോസ് ഓൺലി സബ്ജക്റ്റീവ് റിയാലിറ്റി നമ്മൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അതിനെയാണ് കൂടുതലും ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് and the inner demand is gratified with consideration of outside restrictions നമ്മൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് തോന്നുന്നത് അതിനെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് ഇത് പ്രിൻസിപ്പിൾ രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നതാണ് ഈഗോ ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ് എന്താണ് ശരി എന്താണ് തെറ്റ് നല്ലതാണോ മോശമാണോ അങ്ങനെ ബിഹേവ് ചെയ്യാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒക്കെ നോക്കി ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് ഈഗോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് which ego functions as executive balancing between subjective reality and objective reality മൂന്നാമത്തെ ഒരു പേഴ്സണാലിറ്റി കാറ്റഗറിയാണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is not an inborn component of personality but it is an acquired component of personality കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഈഗോ എന്നുണ്ടെങ്കിൽ മൊറാലിറ്റി പ്രിൻസിപ്പിൾ എന്നാണ് ഇതിനെ പറയുന്നത് നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെന്റിന്റെ റൂൾസും റെഗുലേഷൻസും മൊറാലിറ്റി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫ്രെയിം വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ഡിസിഷൻസും ബിഹേവിയറും പേഴ്സണാലിറ്റിയും ഒക്കെ ഫോം ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ then it is the preserver of conscious and hence when a person does something wrong it makes him feel guilty ഒരു മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ഈ സൂപ്പർ ഈഗോന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഒരു മോശക്കേട് അല്ലെങ്കിൽ ഒരു ഗിൽട്ടി ഫീലിംഗ് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സൂപ്പർ ഈഗോ അവിടെ ഫങ്ഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ പലപ്പോഴും ഏതൊരു ഇൻഡിവിജ്വലിന്റെ ഈ പേഴ്സണാലിറ്റിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇത് ഈഗോ സൂപ്പർ ഈഗോ തമ്മിൽ വല്ലാതെ ഒരു വേരിയേഷൻസ് ഉണ്ടാകും ആ വേരിയേഷൻസും തമ്മിലാണ് പല രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ ഈ ഇദ്ധന് ഒരു കാര്യം വളരെ ഇഷ്ടമായിരിക്കും പക്ഷേ സൂപ്രീഗോന് അത് അത്രയും എന്താ പറയുക അവരുടെ മൊറാലിറ്റി അതിനെ സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല so the ego takes the mediator to solve resolve the problems ഒരു വിൻ primitive principles and morality principles then techniques of psychoanalysis psychoanalysis apply ചെയ്യുന്നത് dream analysis and free association എന്ന് പറഞ്ഞിരിക്കുന്ന ദെൻ റെസിസ്റ്റൻസ് ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ടെക്നിക്സിന്റെ ബേസ് ചെയ്തിട്ടാണ് free association dream analysis and interpretations of resistance free association എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിനോട് അവർക്ക് തോന്നുന്ന എന്തും അവർക്ക് എക്സ്പ് പറയാം അതിനനുസരിച്ചിട്ടുള്ള സജഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റി ദെൻ ഡ്രീം ഇൻ്റർപ്ര ഡ്രീം അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ for making aware of the material repressed in the unconsciousness അവർ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ബിഹേവിയേഴ്സോ തോട്ട്സോ ഇമോഷൻസിനെ അനലൈസ് ചെയ്ത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടായത് എങ്ങനെയാണ് അതിനെ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സ്ട്രാറ്റജീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡ്രീം അനാലിസിസ് എന്നുള്ള പ്രോസസ്സിലൂടെയാണ് ഓക്കെ അപ്പൊ ഈ രണ്ട് ടെക്നിക്സ് ആണ് ഡ്രീം അനാലിസിസിൽ യൂസ് ചെയ്യുന്നത് യെസ് നെക്സ്റ്റ് പറയുന്നതാണ് നിയോ ഫ്രോയിഡിയൻ സൈക്കോഡൈനാമിക് തിയറീസ് അപ്പോൾ രണ്ട് കാറ്റഗറീസ് ഉണ്ട് ഫ്രോയിഡിയൻ സൈക്കോഡൈനാമിക് പെർസ്പെക്റ്റീവിലുള്ളത് സിഗ്മൺ ഫ്രോയിഡും എന്ന ഫ്രോയിഡും ആണ് ദെൻ നിയോ ഫ്രോയിഡിയനിൽ ഫ്രോയിഡിന്റെ കുറേ കോൺസെപ്റ്റ്സുകളൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് ബട്ട് ചില കാര്യങ്ങളിൽ ഫ്രോയിഡിന്റെ പല കോൺസെപ്റ്റ്സ് ആയിട്ടും ഒത്തുപോകാൻ സാധിക്കാത്തതുകൊണ്ട് അവർ വേറൊരു രീതിയിലുള്ള സൈക്കോഡൈനാമിക് തിയറീസ് എമേർജ് ചെയ്തു അവരെയാണ് ന്യൂ ഫ്രോയിഡിയൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാര് ഒന്നാമത്തെ കാൾ യുങ് കാൾ യുങ് ഇനീഷ്യലി ഫ്രോയിഡിന്റെ ഒപ്പമുള്ള കൺസെപ്റ്റ്സിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഒരു സെക്ഷുവലായി കണ്ടന്റും അതേപോലെ തന്നെ ഓറിയന്റേഷൻ ഫാലിക് സ്റ്റേജസിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഡിഫറൻസിയേഷൻ ഒക്കെ കാരണം വേറൊരു രീതിയിലുള്ള തിയറീസ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു and uh, the foundations were laid in the individual's childhood about the spirituality ultimately become the uh, cornerstone of his theory അപ്പോൾ അതിൽ പ്രധാനമായിട്ടും human nature the major constructs of Jung's theory human nature അതേപോലെ തന്നെ മേജർ കൺസ്ട്രക്ട്സ് ഈ രണ്ട് കാര്യത്തിലാണ് കാൾ യുങ്ങിന്റെ കോൺട്രിബ്യൂഷൻ സൈക്കോഡൈനാമിക് തിയറിയിൽ വന്നത് അതിലൊന്നാമത്തെ പറയുന്നതാണ് ഹ്യൂമൻ നേച്ചർ അപ്പോൾ കാളിയുങ്ങിന്റെ അഭിപ്രായത്തിൽ സൈക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a combination of conscious and unconscious mind conscious മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് ഒരു ഇൻഡിവിജ്വലിന്റെ എനർജി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ അൺകോൺഷ്യസ് മൈൻഡ് വീണ്ടും again divided into collective and personal unconsciousness അപ്പൊ കോൺഷ്യസ് മൈൻഡും ഉണ്ട് അൺകോൺഷ്യസ് മൈൻഡും ഉണ്ട് ഇനി ഈ അൺകോൺഷ്യസ് മൈൻഡിൽ തന്നെ രണ്ട് ഡിവിഷൻ വരുന്നുണ്ട് കളക്റ്റീവ് അൺകോൺഷ്യസും ഉണ്ട് പേഴ്സണൽ അൺകോൺഷ്യസും ഉണ്ട് ആൻഡ് ദി കളക്റ്റീവ് അൺകോൺഷ്യസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് സിമ്പിൾസ് ഇമേജസ് ആർക്കിടൈപ്സ് ഇത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത് and the personality is a composed of the ego persona shadow anima animus and self അതായത് ഒരു ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും അധികം ഘടകങ്ങൾ ആ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കും എന്നാണ് കാൾ യുങ്ങിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതില് ഈഗോ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്താന്ന് നമുക്ക് പറഞ്ഞു അൺകോൺഷ്യസ് എന്താന്ന് പറഞ്ഞു കളക്റ്റീവ് അൺകോൺഷ്യസും പേഴ്സണൽ അൺകോൺഷ്യസും ഉണ്ട് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു യൂണിവേഴ്സിന്റെ ഒരു ഒരു മീനിങ് ആണ് അവിടെ പറയുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഭാഗമാണ് അതിന് പറയുന്നത് പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന് ഒരു ഇൻഡിവിജ്വലിന്റെ ആൻസിസ്ട്രൽ ഇൻഫോർമേഷൻസ് അതാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ദെൻ ഈഗോ നമ്മൾ പറഞ്ഞു maintains relation with other contents ഇൻഡിവിജ്വലിന്റെ റിയാലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് ഈഗോനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തത് പേഴ്സോണ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ഹ്യൂമൻ നേച്ചറിന്റെ ആസ്പെക്ട് ആണ് പേഴ്സോണ ഇത് പേഴ്സണാലിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ് persona it is a conscious role we assume in presenting ourselves in the world this is a structure from the introjection that come from the parents in society നമ്മൾ എന്താണോ നമ്മളുടെ ക്യാരക്ടർ എന്താണോ നമ്മുടെ ബിഹേവിയർ എന്താണോ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണോ ഇതാണ് ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സോണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു പേഴ്സണാലിറ്റി ആസ്പെക്ട്സ് ആണ് ഷാഡോ എന്ന് പറയുന്നത് shadow consist of animal instincts that human inherited in their evolution and the shadow is negative counterpart of ego shadow എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആൻസിസ്റ്ററിലി നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു ആനിമൽ ഇൻസ്റ്റിങ്റ്റിനെയാണ് നമ്മൾ ഷാഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നിഴൽ എന്ന് നമ്മൾ പറയുമല്ലോ നമ്മളുടെ ശരിക്കുള്ള ബിഹേവിയറിന്റെ വേറൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയും ആനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻസ് ബൈസെക്ഷൽ ആനിമൽ ആണ് അപ്പൊ ഏതൊരു മനുഷ്യനിലും ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീക്ക് സ്ത്രൈണത ഭാവം ഉണ്ട് അതേപോലെ തന്നെ പൗരുഷ ഭാവം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതായത് ഹ്യൂ മെയിലിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടാകും ഫീമെയിലിന്റെ ക്യാരക്ടറും റിസംബിൾ ചെയ്യും അത് ഫീമെയിലിനായാലും അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു ഇൻഡിവിജ്വലിന് തന്നെ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും ആനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ masculine and feminine characteristics are found in both sexes anima is the collection of feminine qualities in the man ഒരു പുരുഷനിൽ സ്ത്രീകളുടെ ചില ക്യാരക്ടേഴ്സ് ചില ക്യാരക്ടറിസ്റ്റിക്സ് റിസംബിൾ ചെയ്യുന്നതിനെയാണ് ആനിമ എന്ന് പറഞ്ഞിട്ടുള്ളത് ആനിമസ് എന്ന് പറയുന്നത് the masculine characteristics in woman is called animus okay then self concept self എന്താണെന്നുള്ളത് സെൽഫ് എന്ന് പറഞ്ഞെങ്കിൽ it is a totality of the conscious and unconsciousness of an individual അപ്പൊ കോൺഷ്യസ്ലി നമ്മൾ പ്രസന്റ് യെസ് എന്തെങ്കിലും പറയുന്നുണ്ടോ No, ma'am, ഓക്കെ ഓക്കെ അപ്പോൾ സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ മൈൻഡ് എങ്ങനെയാണോ അതിനെയാണ് നമ്മൾ സെൽഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി കൺസ്ട്രെയിൻസ് ആണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദെൻ മേജർ കൺസ്ട്രക്റ്റ് ആയിട്ട് പറയുന്നത് സൈക്കോളജിക്കൽ ടൈപ്സ് എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട് ചില ഇൻഡിവിജ്വൽസ് വളരെ സോഷ്യബിൾ ആയിരിക്കും ചിലവർ അത്ര സോഷ്യബിൾ ആയിരിക്കില്ല അതിനെയാണ് നമ്മൾ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ദെൻ കോംപ്ലക്സസ് ഉണ്ട് കോംപ്ലക്സ് എന്ന് പറഞ്ഞെങ്കിൽ constellation of feelings perception memories and thoughts that exist in the personal and conscious ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഫീലിങ്സും ഇമോഷൻസും മെമ്മറീസും ഒക്കെയാണ് നമ്മൾ കോംപ്ലക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദെൻ ആർക്കിടൈപ്സ് ഉണ്ട് it is important element of the collective unconsciousness ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസിന്റെ ഒരു ഫാൻറ്റസീസോ മിത്സോ സിമ്പിൾസോ ഇതൊക്കെ അടങ്ങിയിരിക്കുന്നതിനാണ് നമ്മൾ ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ലോകം വേൾഡ് അങ്ങനെ ഒരുപാട് മിത്തുകളോ സിമ്പിൾസോ ഒക്കെ നമ്മൾക്ക് ഉണ്ടായിരിക്കും അതിനെയാണ് ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദെൻ പേഴ്സണൽ അൺകോൺഷ്യസ് നമ്മൾ പറഞ്ഞു ചൈൽഡ്ഹുഡ് ആൻഡ് പാസ്റ്റ് മെമ്മറീസ് ആണ് നമ്മൾ കൂടുതലും ഉള്ളത് പേഴ്സണൽ അൺകോൺഷ്യസ്ലി കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് യൂണിവേഴ്സൽ ആയിട്ടുള്ളത് ആൻസിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇൻഫോർമേഷൻസ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വരുന്നതിനെയാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്രയും ആസ്പെക്റ്റ് ആണ് യുങ്ങിന്റെ കാൾ കസ്റ്റോ യുങ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് യുങ്ങിന്റെ സൈക്കോളജിക്കൽ അനാലിറ്റിക് പെർസ്പെക്റ്റീവ് നിയോ ഫ്രോയിഡിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയുന്നത് രണ്ടാമത്തെ ആള് ആൽഫ്രഡ് ആഡ്ലർ ആണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സൈക്കോനാൾട്ടിക് സൊസൈറ്റി അല്ലെങ്കിൽ സൈക്കോനാൾട്ടിക് പെർസ്പെക്റ്റീവ് ആണ് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൗൺസിലിംഗിൽ പറയുന്നത് അതിൽ ബേസിക് കോൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതൊരു ഇൻഡിവിജ്വലിനും ഒരു ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി ഫീലിംഗ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഇൻഫീരിയോറിറ്റി ഫീലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കാം അല്ലെങ്കിൽ lack of sufficiency in their abilities അതേപോലെ തന്നെ ഒരു ഒരു ഫീലിംഗ് എല്ലാവരെയും ഒതുങ്ങി ഒതുങ്ങിക്കൂടാനും മറ്റു എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാതെ ഡിപ്പെൻഡന്റ് ആകാനുള്ള ഒരു ടെൻഡൻസിനെയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറേ ഇൻഡിവിജ്വൽസ് ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽസ് ആയിരിക്കും ചില ഒരു സുപ്പീരിയർ ഫീലിംഗ് ആയിരിക്കും സുപ്പീരിയർ ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് uh, എന്താണ് അവര് ജീവിക്കുന്ന സിറ്റുവേഷൻസിൽ വളരെ സോഷ്യൽ ഡിസ്റ്റിങ്ഷനും അതേപോലെ തന്നെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പൊസിഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഹയർ സ്റ്റേജിലോട്ട് പോകാനുള്ള ഒരു ആസ്പിറേഷൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണ് സുപ്പീരിയോറിറ്റി ഫീലിങ്സ് ഉള്ള വ്യക്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ അടുത്തൊരു മെയിൻ കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് സോഷ്യൽ ഇൻട്രസ്റ്റ് ഏതെങ്കിലും ഒരു it's individual helping society attain the goal of a perfect society അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു സോഷ്യൽ സിറ്റുവേഷൻസിൽ മെമ്പർ ആകുന്നത് ഒരു സോഷ്യൽ ഗ്യാതറിങ്സിൽ ഇൻവോൾവ് ആകുന്നത് സോഷ്യൽ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് ഉണ്ടാക്കുക ഇതൊക്കെ ഒരു ഇൻഡിവിജ്വലിന്റെ മാത്രം ചില കേപ്പബിലിറ്റീസ് ആണെന്നാണ് പറയുന്നത് ദെൻ ലൈഫ് സ്റ്റൈല് എങ്ങനെ നമ്മളൊരു പ്രോബ്ലം സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യുന്നു എങ്ങനെ നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നു ദെൻ ബർത്ത് ഓർഡർ ഇപ്പൊ ചിലർ പറയും ഫസ്റ്റ് ഫസ്റ്റ് ബോൺ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ചില ക്യാരക്ടേഴ്സ് ഉണ്ട് വളരെ റെസ്പോൺസിബിൾ ആയിരിക്കും ഹാർഡ് വർക്കിംഗ് ആയിരിക്കും ലാസ്റ്റ് ബോൺസ് ആണെന്നുണ്ടെങ്കിൽ ഈസി ഗോയിങ് ആയിരിക്കും മിഡിൽ ബോൺസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ കൺസിസ്റ്റന്റ് ആയിരിക്കും അങ്ങനെ പല രീതിയിലുള്ള ക്യാരക്ടേഴ്സും ബർത്ത് ഓർഡറിനെ ബേസ് ചെയ്തിട്ടും പറയാറുണ്ട് അപ്പോൾ ആൽഫ്രഡ് ആൽഡറിന്റെ അഭിപ്രായത്തിൽ ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിന്റെ പല ഘടകങ്ങളാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അതേപോലെ തന്നെ ബർത്ത് ഓർഡർ ലൈഫ് സ്റ്റൈല് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ദെൻ uh, അദ്ദേഹത്തിന്റെ പ്രോസസ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ every behaviour is goal directed ഏതൊരു ബിഹേവിയറും നമ്മളൊരു ഗോൾ പ്രൊമോട്ട് ചെയ്യാം ഹ്യൂമൻസ് എപ്പോഴും സോഷ്യലി ആകാനും അല്ലെങ്കിൽ സോഷ്യലി ആകാനുള്ള കപ്പാസിറ്റി ഉള്ള വ്യക്തികളാണ് ദെൻ അവർക്ക് ഉണ്ടാകുന്ന പല ഇൻഫീരിയോറിറ്റി ഫീലിങ്സും ആയിരിക്കും ഒരു ഇൻഡിവിജ്വലിന്റെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് എനർജി അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഓറിയന്റേഷൻ ടു ലൈഫിനൊക്കെ ലീഡ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാറ്റി ഒരു സുപ്പീരിയർ ലെവലിലോട്ട് അവരെ എത്തിക്കാനുള്ള ഒരു ആസ്പെക്റ്റ് ആണ് കൗൺസിലിങ്ങിലൂടെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത് then encouraging social interest to help the person deal with feelings of inferiority modify the views of the client അങ്ങനെയുള്ള പല പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഇൻഡിവിജ്വൽസിനെ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ അഡ്ലേറിയന്റെ കൗൺസിലിംഗിൽ ഇൻഡിവിജ്വൽസിന് വേണ്ടുന്ന ഒരു പോസിറ്റീവ് എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നോക്കുന്നത് അപ്പൊ അതിനെ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലോറിങ് ദ റിലേഷൻഷിപ്പ് നമ്മൾ റാപ്പോ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാം എക്സ്പ്ലോറിങ് ദ ഇൻഡിവിജ്വൽസ് ഡൈനാമിക്സ് അവരുടെ ക്യാരക്ടേഴ്സ് എന്താണ് അവർക്ക് എന്ത് രീതിയിലുള്ള പ്രോബ്ലംസ് ആണുള്ളത് അവരുടെ പ്രയോറിറ്റീസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക ലൈക്ക് അവർ എന്താണ് അവരുടെ മീനിങ് ഓഫ് ലൈഫ് എന്താണ് അവർ ഏറ്റവും കൂടുതൽ കേപ്പബിൾ ആയിട്ടുള്ളത് എന്തിലാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഉള്ളത് എന്തിലാണ് അപ്പോൾ അതേപോലെ തന്നെ അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള ഒരു കൺട്രോൾ ആണ് അവർക്ക് വേണ്ടത് the need for control people seeking comfort people who want to please ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രയോറിറ്റീസ് ഉള്ള വ്യക്തികളായിരിക്കും കൗൺസിലിംഗ് സെഷൻസിൽ വരുന്നുണ്ടായിരിക്കും അപ്പൊ ഇവരെയൊക്കെ നമ്മൾക്ക് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻകറേജ്മെന്റിലൂടെ അവരെ നീഡ് നമ്മൾ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാം then encouraging self understanding and insight എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസ് ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കപ്പബിലിറ്റീസ് ആണ് അവരെ അവരുടെ കേപ്പബിലിറ്റീസിൽ കുറച്ചും കൂടി ഇൻവോൾവ്ഡ് ആക്കാനും അവർക്ക് വേണ്ടുന്ന സജഷൻസ് കൊടുക്കാനും നമ്മൾ സഹായിക്കുക ദെൻ ഹെൽപ്പിംഗ് വിത്ത് ഓറിയൻറ്റേഷൻ അവരെ പ്രസന്റ്ലി എന്താണ് അവരുടെ പ്രോബ്ലംസ് അവരൊക്കെ എന്ത് ഫീലിങ്സ് ആണ് അവിടെ ഉള്ളത് അതിനെ നമ്മൾ വീണ്ടും റീസ്ട്രക്ചർ ചെയ്യുന്നു റീഓറിയന്റ് ചെയ്യുന്നു ഇത്തരം എൻകറേജ്മെന്റ് പ്രോസസ്സാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അവർക്ക് വേണ്ടുന്ന ഒരു സജഷൻസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന റീഎൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാം then change and search for new responsibilities അപ്പോൾ പ്രസന്റ്ലി അവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബേസിക് ആയിട്ട് ഒരു ഇൻഫീരിയർ ഫീലിങ്സ് ഉണ്ടായിരിക്കും അതിനെ റിക്കവർ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് പോസ്റ്റ്ലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് അവരുടെ കൗൺസിലിംഗ് സെഷൻസ് മുന്നോട്ട് പോകുന്നത് നെക്സ്റ്റ് പേഴ്സൺ ആണ് കാനൻ ഹേണി കാനൻ ഹേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂറോസിസ് ന്യൂറോ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള രീതിയിൽ ന്യൂറോസിസിനെയും ബേസ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് കാരൻ ഹേണി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കാരൻ ഹേണിയുടെ അഭിപ്രായത്തിൽ പല രീതിയിലുള്ള ഉള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും that is moving toward moving away from moving against ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും അതായത് ചിലവര് ഒരു ഗ്രൂപ്പുമായിട്ട് പെട്ടെന്ന് ഇറങ്ങുന്നവരായിരിക്കും ചിലവര് ഒരു ഗ്രൂപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് അകന്നു പോകുന്നവരായിരിക്കും ചിലവര് വളരെ വയലന്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും അതാണ് ഇത് എന്താണ് ഇൻഡിവിജ്വൽസിനെ moving against people moving towards people moving away from people എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും പൊതുവേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇത്തരത്തില് അപ്പൊ ഇത്തരത്തില് ഉള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഇൻഡിവിജ്വൽസിനെ കണ്ടെത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ പ്രൊവൈഡ് ചെയ്യും എന്തുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിൽ ഇൻവോൾവ് ആകാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിൽ നിന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിൽ നിന്ന് പിന്മാറി പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സിലൂടെ അവർക്ക് വേണ്ടുന്ന ഒരു ഹ്യൂമൻ ഗ്രോത്തും അതേപോലെ തന്നെ സോഷ്യൽ ഇൻഫ്ലുവൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക ദെൻ സെൽഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സെൽഫ് കൺസെപ്റ്റ്സ് അവരിൽ കൊണ്ടുവരിക ഇത്തരത്തിലുള്ള മെസ്സേജസ് ഒക്കെ പറയുന്ന ഒരു കൗൺസിലിംഗ് സെഷൻസിലൂടെ കൊടുത്തുകൊണ്ട് ഇൻഡിവിജ്വൽസിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരഹാണിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ദെൻ കൊഗ്നേറ്റീവ് കൗൺസിലിംഗ് അപ്രോച്ചസ് ആണ് തോട്ട് പ്രോസസ്സിനെയാണ് ഇവിടെ കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും വരുന്ന ഇൻഡിവിജ്വൽസ് ആരോൺ ടി ബെക്ക് ആണ് അപ്പൊ ബെക്കിന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു ഡയഗ്രാം ഒക്കെ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ട്രയാഡ് ഉണ്ടായിരിക്കും അതായത് നമ്മൾക്കൊരു പ്രോബ്ലം ഉണ്ടായിരിക്കും ആ പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ അതായത് പെസിമിസ്റ്റിക് എന്തെങ്കിലും ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടായിരിക്കും അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഓവർ ജനറലൈസേഷൻ നമ്മൾ നടത്തുന്നു that leads to a assumption that I have to be perfect അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സ്കീമ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു ഒരു പെസിമിസ്റ്റിക് വ്യൂ ഓഫ് സെൽഫ് ഉണ്ടാകുന്നു നമുക്ക് എന്തെങ്കിലും ഒരു നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കാം അപ്പൊ ആ മിസ്റ്റേക്ക് സംഭവിക്കാനായിട്ട് ഞാനാണ് ഉത്തരവാദി ഞാൻ കാരണമാണ് അതങ്ങനെ ഉണ്ടായത് എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ പറ്റി തന്നെ ഒരു നെഗറ്റീവ് വാലുവേഷൻ നടത്തുന്നു എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും എനിക്ക് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പൊ ഒരു ഒരു എന്താ പറയാ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്കീമ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് സ്കീമയിൽ നിന്ന് ഒരു പോസിറ്റീവ് സ്കീമയിലോട്ട് മാറ്റാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ കൊഗ്നേറ്റീവ് മെത്തേഡിലൂടെ ആരോൺ ടിബക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൽ for example we tend to think that I should be perfect if I make a mistake it indicates that I am unsuccessful ഇതൊരു ഡിസ്ട്രോഷൻസ് ആണ് നമ്മളിപ്പോ ഒരു എന്താ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ നമ്മൾ അൺസക്സസ്ഫുൾ ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അത് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റാണ് ഒരു കൊഗ്നേറ്റീവ് എറർ ആണെന്നാണ് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള എറേഴ്സ് ആറ് രീതിയിൽ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ലൈക്ക് സെലക്റ്റീവ് അബ്സ്ട്രാക്ഷൻ അതായത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതിൽ നിന്ന് മോശപ്പെട്ട കാര്യങ്ങളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക ദെൻ ഡൈക്കോട്ടണമസ് തിങ്കിങ് അതായത് ഡൈക്കോട്ടണമസ് തിങ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the thinking is either completely good അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബാഡ് ആയിരിക്കും ഒരു മീഡിയൻ ലെവലിൽ നമുക്ക് ഒരു കാര്യത്തിനെയും ബേസ് ചെയ്തിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ല ഒന്നുകിൽ നമ്മൾ ചെയ്യുന്ന എല്ലാതും വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ എല്ലാതും വളരെ മോശമായിരിക്കും ഇടയിലുള്ള കാര്യങ്ങളെ പറ്റി പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു ദെൻ ഓവർ ജനറലൈസേഷൻ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് മിസ്റ്റേക്കാണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു ദെൻ മാഗ്നിഫിക്കേഷൻ അതായത് കുഞ്ഞൊരു ഇൻസിഡന്റിനെ നമ്മൾ വളരെ വലുതാക്കി വലിയൊരു സംഭവമാക്കിയിട്ട് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ മിനിമൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദെൻ ആർബിട്രറി ഇൻഡിഫറൻസസ് അതായത് ഹാവിങ് ബി നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ അതിനെ പരമാവധി എതിർക്കുക അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ് ഇങ്ങനെ പല രീതിയിലും ഒരു നെഗറ്റീവ് തോട്ട്സ് കൊഗ്നേറ്റീവ് എറേഴ്സ് ഇൻഡിവിജ്വൽസിന് സംഭവിക്കാം ഈ പറഞ്ഞിരിക്കുന്ന എറേഴ്സ് ആണ് പലപ്പോഴും ഒരു പ്രോബ്ലത്തിലോട്ട് ലീഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് പെർസുവേഷൻ സജഷൻ ഇൻസ്ട്രക്ഷൻ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ആറ് കൊഗ്നേറ്റീവ് എറേഴ്സിനെ റിഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡാണ് കൊഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ് എന്നുള്ള ഒരു മെത്തേഡാണ് ആരോൺ ടീബക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ പറഞ്ഞതാണ് Albert Ellis rational emotive behaviour തെറാപ്പിയാണ് ആൽബർട്ട് എലീസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് എ ബി സി ഡി എന്നാണ് ഇതിനെ പറയുന്നത് A B C D model എന്നാണ് പറയുന്നത് ആക്ടിവേറ്റിംഗ് ഇവന്റ് അതായത് activating event belief consequences dispute effect of intervention ഇങ്ങനെ അഞ്ച് സ്റ്റേജസ് ആണ് ഒരു പ്രോബ്ലത്തിലോട്ടും അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷനിലോട്ട് ലീഡ് ചെയ്യുന്നത് ഒരു കൗൺസിലിംഗ് സെഷനിൽ നമ്മൾ എടുക്കുന്നത് ഈ ഒരു എ ബി സി ഡി മോഡലാണ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവേറ്റിംഗ് ഇവന്റ് എന്താണോ നമ്മൾക്കൊരു കാര്യം ഉണ്ടാകുന്നത് ഒരു സോ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അതിനെയാണ് ആക്ടിവേറ്റിംഗ് ഇവന്റ് എന്ന് പറയുന്നത് ആ ആക്ടിവേറ്റിംഗ് ഇവന്റിനെ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് റാഷണൽ ആയിട്ടാണോ ചിന്തിക്കുന്നത് ഇറാഷണൽ ആയിട്ടാണോ ചിന്തിക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോവാണ് അപ്പൊ അതിൽ രണ്ട് രീതിയിൽ നമുക്ക് ഒരു ബിലീഫ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം ഒന്ന് I cannot stand this rejection I will never get a job എനിക്ക് ഒരിക്കലും ജോബ് കിട്ടില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം രണ്ട് I don't like getting rejected I am it seems difficult I should prepare well രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റിനെ സമീപിക്കാം ഓക്കെ മൂന്നാമത് ദ കോൺസിക്വന്റ് ഇമോഷൻ രണ്ട് രീതിയിലുള്ള ഇമോഷൻ അവിടെ ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഒന്ന് ഡിസൈറബിൾ ആയിരിക്കും രണ്ട് അൺഡിസൈറബിൾ ആയിരിക്കും അതിന് രണ്ട് രീതിയിലുള്ള ബിഹേവിയറും നമുക്ക് അവിടെ ഉണ്ടാകും ഒന്ന് നമ്മൾ ജോലിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമാകും നമ്മൾ ജോലിക്ക് പോവില്ല ജോലി പിന്നെ ജോലിക്കുള്ള സെർച്ചിങ് നമ്മൾ നിർത്തിവെക്കും ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ എങ്ങനെയായിരിക്കും ആ അത് കുഴപ്പമില്ല പോട്ടെ നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അടുത്ത നെക്സ്റ്റ് ജോബിന് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യും അപ്പോൾ പല ഡിഫറെന്റ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേജ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടെ ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ ബിലീവ് ചെയ്യുന്നു എങ്ങനെ ചിന്തിക്കുന്നു അതിനനുസരിച്ച് എന്ത് ഇമോഷൻ നമ്മൾ ഉണ്ടാകുന്നു എന്ത് രീതിയിലുള്ള ഒരു ബിഹേവിയർ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു ഇതിനനുസരിച്ചിട്ടാണ് നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുന്നത് അപ്പൊ ഇതേ ലെവലിൽ തന്നെയാണ് നമ്മൾ അവിടെ ഒരു കൗൺസിലിംഗ് സെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത് that is A B C D model എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സൈക്കോ ഡൈനാമിക് ആൻഡ് കൊഗ്നറ്റീവ് ആസ്പെക്ട്സിലൂടെയാണ് കൗൺസിലിംഗ് അപ്രോച്ചസിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് സിഗ്മൺ ഫ്രോയിഡിന്റെയും ആൽബർട്ട് എല്ലിസ് ആൻഡ് ആൽബർട്ടിൻ ബെക്കിന്റെയും എക്സ്പ്ലനേഷൻസ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് person centred approach to assessment and counselling ആണ് പേഴ്സൺ സെൻറ്റേഡ് അപ്രോച്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്ലയന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് പേഴ്സൺ സെൻറ്റേഡ് അപ്രോച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്നുള്ള പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഇതില് കൗൺസിലർ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഒരു ആൻസർ പറയല്ല അല്ലെങ്കിൽ സജഷൻസ് പറയോ ഒരു ഒപ്പീനിയൻ പറയല്ല ചെയ്യുന്നത് നേരെ മറിച്ച് ക്ലയന്റിനെ കൊണ്ട് അത്തരത്തിലൊരു ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന പേഴ്സൺ സെന്റേഡ് അപ്രോച്ച് അല്ലെങ്കിൽ റൊജേറിയൻ അപ്രോച്ച് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ അതിൽ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ദെൻ ഹൈപ്പോത്തസിസ് എന്നുള്ളൊരു കോമൺ തിയറിയാണ് ഇതിൽ ഫോം ചെയ്തിരിക്കുന്നത് if counsellor has certain qualities like congruence genuineness positive regards and empathetic understanding then positive changes will take place in client എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ക്ലയന്റിന്റെ uh, ഒരു ചേഞ്ചസ് ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കൗൺസിലറിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ um, പ്രധാനമായിട്ടുള്ള പ്രോസസ്സ് uh, പറയുന്നത് യുണീക്ക് പെർസെപ്ഷൻ അതായത് ഏതൊരു ഇൻഡിവിജ്വൽ ആയാലും നമ്മളുടെ എക്സ്റ്റേണൽ വേൾഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബിഹേവിയർ സിസ്റ്റം ആയിക്കോട്ടെ എല്ലാതും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ് അപ്പോൾ ഏതൊരു വ്യക്തിനെയും നമ്മൾ സമീപിക്കേണ്ടതും ആ ഒരു ഡിഫറൻസിയേഷനെ ബേസ് ചെയ്തിട്ടാണ് പലവർക്കും പല രീതിയിലുള്ള കറക്ഷൻസോ മിസ്റ്റേക്സോ അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് പ്രോബ്ലംസോ ഇതെല്ലാതും ഉണ്ടായിരിക്കും ഓരോ ഇൻഡിവിജ്വലിനെയും ആ ഇൻഡിവിജ്വലിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവരെ ഡീൽ ചെയ്യാം ഒരു റിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് അവരിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് then rational and trustworthy nature അതായത് ക്ലയന്റും കൗൺസിലറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിങ്ങില് ഒരു റാഷണൽ ആയിട്ട് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻസ് നമ്മൾ പ്രോബ്ലത്തിന് എടുക്കാം അതേപോലെ തന്നെ ഒരു ഇവാലുവേഷൻ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാം അതേപോലെ തന്നെ ഒരു ട്രസ്റ്റ് വർത്തിനെസ് അതായത് ക്ലയന്റിന്റെ എല്ലാ എന്താ പറയുക അവരുടെ പ്രോസസ്സുകളും ഇമോഷൻസ് ആയാലും തോട്ട്സ് ആയാലും പ്രോബ്ലംസ് ആയാലും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ട് നമുക്കത് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പൊ ഇത്രയും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു തെറാപ്പി സെഷൻസിന്റെ സക്സസിലോട്ട് ലീഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ the major part of part of Rogerian therapy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the counsellor will convey the trust to the client through actions and words അപ്പൊ ഏതൊരു കൗൺസിലിംഗ് സെഷൻസിലും വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് തന്നെയാണത് പക്ഷെ റൊജേറിയൻ തിയറിയിൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ പ്രോസസ്സിങ്സും കണ്ടിന്യൂ ചെയ്യുന്നത് then self-actualization tendency all humans have an inherent tendency towards self-actualization നമ്മളുടെ കപ്പാസിറ്റീസിന് അനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യുക അതിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ it is a state of psychological fulfilment ആണ് and it includes the acceptance of self and others close relationship goal directedness and naturalness അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റീസ് ഒരു സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടുന്ന രീതിയിലുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും അടങ്ങുന്ന ഒരു എലമെന്റിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൽ വേണ്ടുന്ന കുറച്ച് നാല് സ്റ്റേറ്റ്സ് പറയുന്നുണ്ട് ലൈക്ക് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് നമ്മളെല്ലാതും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കുക trust in one's experience trusting നമ്മളുടെ എക്സ്പീരിയൻസ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക holds an internal locus of evaluation എപ്പോഴും നമ്മൾക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റീസ് ഉണ്ടായിരിക്കാം നമുക്ക് എപ്പോഴും മറ്റുള്ളവർ ഇവാലുവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ് പക്ഷെ എപ്പോഴാണോ നമ്മൾ നമ്മളുടെ ഇവാലുവേഷൻ നടത്തുന്നത് നമ്മുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സിനെ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് അവിടെ നടത്താൻ എന്നാണ് പറയുന്നത് and the willingness to be in a process അപ്പൊ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും ഒരു നീഡ് ഫോർ ഓറിയന്റേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇത്രയും കൂടി ഒരു അപ്ലിഫ്മെന്റ് ഓഫ് എൻ ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയിട്ട് എസെൻഷ്യൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് and it also includes need for privacy അല്ലെങ്കിൽ sense of humour creativity personal integrity ഇതൊക്കെ അടങ്ങുന്നതാണ് ഒരു human life So that is the self-actualization is seen as a more influential in the development rather than the environmental factors. അടുത്ത് പറയുന്ന കോൺസെപ്റ്റ് ആണ് self concept and ideal self എന്ന് പറഞ്ഞിരിക്കുന്നത് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ what I am right now അതിനെയാണ് the self concept the ideal self എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയൽ സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ what I am wish to do അല്ലെങ്കിൽ what I am ought to be ഞാൻ എന്താകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മുടെ റിയൽ ആയിട്ടുള്ള സെൽഫും നമ്മുടെ ഐഡിയൽ ആയിട്ടുള്ള സെൽഫും തമ്മിൽ എപ്പോഴും ഒരു ബാലൻസ് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത് പലപ്പോഴും നമുക്ക് തോന്നും അതായത് ഞാൻ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ആകാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല അപ്പൊ ഈ രണ്ട് രീതിയിൽ നമ്മുടെ റിയൽ സെൽഫും ഉണ്ട് നമ്മുടെ ആക്ച്വൽ എബിലിറ്റീസ് ഉണ്ട് ആക്ച്വൽ പൊട്ടൻഷ്യൽസ് ഉണ്ട് നമ്മൾക്ക് ഒരു ഐഡിയൽ സെൽഫ് ഉണ്ട് ഞാൻ ഇന്നതാകാൻ ആഗ്രഹിക്കുന്നു ഇന്നതാകണം ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് കുറയണം ആ കുറയുന്നതിനെയാണ് കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് റിയൽ സെൽഫും ഐഡിയൽ സെൽഫും ഓൾമോസ്റ്റ് ഒരേ ഫ്രെയിംവർക്കിൽ വരാം എനിക്ക് എന്താണോ ആഗ്രഹം അത് ഞാൻ ആകുന്നുണ്ട് അങ്ങനെയുള്ളൊരു ഫ്രെയിമിനെയാണ് നമ്മൾ കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കോൺഗ്രുവൻസ് ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരു പ്രോബ്ലം ബിഹേവിയർ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് പേഴ്സണാലിറ്റി പ്രോബ്ലം അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് പോസിറ്റീവ് റിഗാർഡ് മറ്റുള്ള സിറ്റുവേഷൻസിൽ മറ്റുള്ള വ്യക്തികൾക്കും ഒരു പോസിറ്റീവ് കൺസിഡറേഷൻ പോസിറ്റീവ് റിഗാർഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക then conditions of worth conditions of worth എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ human behaviour is result of personal need to grow and develop to full potential നമുക്ക് എന്താണോ നമ്മളുടെ എബിലിറ്റീസ് ഉള്ളത് അതിനെ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ കണ്ടീഷൻസ് ഓഫ് വെർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് every one needs to be valued by others and have to positive feelings of self worth നമ്മൾ നമ്മളുടെ എബിലിറ്റീസ് എന്താണോ അതിൽ നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കുക എബിലിറ്റി എന്ന് പറയുക അതിൽ നമ്മൾ സെൽഫ് ഫുൾഫിൽമെന്റ് ആയിരിക്കാം healthy person has the perception of self that is uh, consistent with his or her own experience. അപ്പോൾ നമ്മളുടെ കൺസിസ് നമ്മുടെ എബിലിറ്റീസ് ഒക്കെ നമ്മൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുക ഇത്തരത്തിലുള്ള ഒരു ഫീച്ചേഴ്സ് ആണ് കണ്ടീഷൻസ് ഓഫ് വെർത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് then next Rogers theory of personality അപ്പൊ ഇത്രയും ബേസിക് കോൺസെപ്റ്റ്സ് ആണ് റോജേഴ്സിന്റെ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് പറയുന്നത് റോജേഴ്സ് തിയറി പേഴ്സണാലിറ്റി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്ന് ഡെവലപ്പിംഗ് ഇൻഫൻറ്റ് കുട്ടികളായിരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസും അവർക്ക് ഉണ്ടാകുന്ന വേൾഡിനെ അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അവർക്ക് അവര് സന്തോഷം വരുമ്പോൾ എങ്ങനെയാണ് സങ്കടം വരുമ്പോൾ എങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന ഇമോഷൻസ് എന്താണ് അവർക്ക് കിട്ടുന്ന കെയർ ആൻഡ് സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടായിരിക്കും ആ കുട്ടികളുടെ ലേറ്റർ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു പ്രായത്തിൽ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുണ്ട് എങ്കിൽ അവർക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഫ്രെയിംവർക്കിൽ അവർ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് സാധിക്കും അതിന് ഡെവലപ്പിംഗ് ഇൻഫെന്റ് പറഞ്ഞിരിക്കുന്നത് ദെൻ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞു the self concept develops through the child's experience and perception which in turn influenced by the need for positive regard അപ്പൊ എപ്പോഴാണോ ആ ഒരു പോസിറ്റീവ് റിഗാർഡ് ഇൻഡിവിജ്വൽസിന് കിട്ടുന്നത് അതിനനുസരിച്ചിട്ടാണ് അവരുടെ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക ഇപ്പൊ ഏത് ഒരു കുട്ടി എപ്പോഴും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ നല്ലൊരു അപ്രീസിയേഷൻ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു സെൽഫ് കോൺസെപ്റ്റ് അവിടെ ലോ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾക്ക് ആ ഒരു സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു അപ്പോഴൊക്കെ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അപ്രീസിയേഷൻസ് ഒക്കെ ഒരു പോസിറ്റീവ് റിഗാർഡ്സ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മുടെ ഡെവലപ്പിംഗ് ഇൻഫൻറ്റിൽ കിട്ടിയിരിക്കുന്ന സിറ്റുവേഷൻസ് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് എങ്ങനെയാണ് കണ്ടീഷൻസ് ഓഫ് വെർത്ത് നമ്മൾ എന്ത് എന്താണോ ചെയ്യുന്നത് എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് എന്ത് ക്വാളിറ്റീസ് ആണ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് എന്ത് വാല്യൂസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവ് റിഗാർഡും നല്ലൊരു കണ്ടീഷൻസ് ഓഫ് വെർത്തും നമ്മൾക്ക് ചെയ്യുന്നതിൽ നമ്മൾ വാല്യൂ ഓറിയൻറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എലമെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ദെൻ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ഏതൊരു വ്യക്തിയും ഒരു ഫുള്ളി ഫങ്ഷനിങ് ഇൻഡിവിജ്വൽ ആക്കുക എന്നുള്ളതാണ് റൊജേറിയൻ കോൺസെപ്റ്റിലുള്ള കൗൺസിലിംഗ് സെഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫുള്ളി ഫങ്ഷനിങ് ഇൻഡിവിജ്വൽ ആകണമെങ്കിൽ these are the main qualities like openness to experience ഉണ്ടായിരിക്കണം accepting one's own feelings living in the present rather than the past or future make free choices and act spontaneously trusting self creating and non conforming ഇങ്ങനെ പല രീതിയിലുള്ള ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിലാണ് the individual you set to be a fully functioning person അപ്പം അത്തരത്തിലുള്ള ഒരു ഫുള്ളി ഫങ്ഷനിങ് ആകുമ്പോൾ the individual become trustworthy and the individual become more self actualized automatically then what are the therapeutic process of counselling റൊജേറിയന്റെ അഭിപ്രായത്തിൽ അപ്പൊ മേജർ കോൺസെപ്റ്റ്സും പറഞ്ഞു അവരുടെ ബിഹേവിയേഴ്സ് എങ്ങനെ എങ്ങനെ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞു then what are the therapeutic process ഒന്ന് തെറാപ്പിസ്റ്റിന്റെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കണം നമ്മൾ പറഞ്ഞു വളരെ കോൺ എന്താ പറയുക വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഡ്മിറേഷൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം കുറച്ചും കൂടി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി കുറച്ചും കൂടി എംപത്തി അല്ലെങ്കിൽ പോസിറ്റീവ് റിഗാർഡ് ഇതൊക്കെയാണ് ഒരു കൗൺസിലറിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വൽസിന് ഉണ്ടായിരിക്കേണ്ടത് then therapeutic relationship with the client the goal of the person centred therapy approaches different from other because ഇവിടെ പ്രധാനമായിട്ടും ഓറിയന്റ് ചെയ്യുന്നത് process of growth of the client ആണ് ക്ലയന്റിന്റെ ഗ്രോത്തിനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് and how we can be able to improve the growth of in individual by promoting the fully functioning individual by emphasizing on the highly potential individuals ആ ഒരു ഇൻഡിവിജ്വലിന്റെ വെൽ ഫങ്ഷനിങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആക്കണമെങ്കിൽ ആ ഇൻഡിവിജ്വലിന് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആയിട്ട് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ അവരുടെ സെൽഫ് പ്രൊമോട്ട് ചെയ്യുക കണ്ടീഷൻസ് ഓഫ് വെർത്ത് ഇംപ്രൂവ് ചെയ്യുക പോസിറ്റീവ് റിഗാർഡ് പ്രൊവൈഡ് ചെയ്യുക സെൽഫ് ആക്ച്വലൈസിങ് ടെൻഡൻസിയിലോട്ട് എത്തിക്കുക ഫുള്ളി ഫങ്ഷനിങ് ഇൻഡിവിജ്വൽ ആക്കി മാറ്റുക ഇങ്ങനെയുള്ള ടെക്നിക്സിലൂടെയാണ് ആ ഇൻഡിവിജ്വലിന് ഒരു സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് congruence unconditional positive regard accurate empathy empathy create ചെയ്യുക അല്ലെങ്കിൽ ക്ലയന്റിൽ എമ്പതി ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക അതായത് മറ്റുള്ളവരുടെ സ്ഥാനത്ത് putting one's legs on another shoes എന്നാണ് ഇതിനെ പറയുന്നത് എമ്പതി എന്ന് പറയുന്നത് അതായത് മറ്റുള്ളവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഹൗ വിൽ ഐ റിയാക്ട് എന്നുള്ള രീതിയിൽ ഇൻഡിവിജ്വൽസിനെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക ഇത്തരത്തിലുള്ള ടെക്നിക്സിലൂടെയാണ് ഇൻഡിവിജ്വൽസിനെ തെറാപ്പി സെഷൻസിലോട്ട് കൊണ്ടുപോകുന്നത് ഇത് കൗൺസിലിംഗ് പ്രോസസ്സിൽ കൗൺസിലറും ക്ലയൻറ്റും തമ്മിൽ ഒരു മീറ്റ് ഉണ്ടായിരിക്കുക ഒരു ഇൻകോൺഗ്രുവൻസ് സ്റ്റേജിലൂടെ ആയിരിക്കും ക്ലയൻറ്റ് വരുന്നത് ആ ക്ലയൻറ്റിനൊരു പോസിറ്റീവ് റിഗാർഡ് പ്രൊമോട്ട് ചെയ്യുക ഒരു എമ്പതി അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്ങും ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക then the counsellor shares experiences the different aspects of their behaviour and their conditions of worth അതേപോലെ തന്നെ ആ ക്ലയന്റിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സെഷൻസ് ആണ് നോക്കുന്നത് and the relationship between client and counsellor ഒരു എപ്പോഴും ഒരു ക്ലയന്റ് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതേപോലെ തന്നെ എംപതി അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ഈ പറഞ്ഞിരിക്കുന്ന ആസ്പെക്ട്സ് ഒക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ദെൻ ദേ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ കീപ്പ് ചെയ്യാം ജെന്യുവിൻ ആയിരിക്കുക കോൺഗ്രുവൻസ് ആയിരിക്കുക അൺകണ്ടീഷൻ പോസിറ്റീവ് റിഗാർഡ് ഉണ്ടായിരിക്കുക എംപതി ഉണ്ടായിരിക്കുക and the role of counsellor should be the respect mutual respect for the client the therapist to provide an atmosphere for acceptance where the client is able to become more aware about self and to explore their experiences in relationship with the others and the therapist attempt to understand the client and is genuine and open to his own experience in the client counseling relationship കുറച്ചും കൂടി ഒരു ആക്സെപ്റ്റൻസ് ആയിട്ട് ഒരു എമ്പത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ക്ലയന്റിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻസ് ആണ് പ്രധാനമായിട്ടും റൊജേറിയൻ തെറാപ്പിയിൽ കൊണ്ടുവരുന്നത് okay then counselling and therapy counselling എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഒരു പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് അത് രണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും അത് ഇന്ററാക്ട് ചെയ്യുന്നു അവർക്ക് വേണ്ടുന്ന സജഷൻസും മോഡിഫിക്കേഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് വരാസ് തെറാപ്പി uh, എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും ഒരു സ്കിൽ uh, ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള uh, ഇത്രയും കൂടിയും ഒരു എന്താ പറയാ സെഷൻസ് ബൈ സെഷൻസ് ആയിട്ട് ഒരുപാട് ലെങ്തി സെഷൻസ് നീണ്ടു നിൽക്കുന്ന problems behaviour and emotional problems ഒക്കെ റെക്ടിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അപ്രോച്ചസ് ആണ് തെറാപ്പീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ പല രീതിയിലും അത് യൂസ് ചെയ്യാം ഹ്യൂമൻ റിലേഷൻസ് ട്രെയിനിങ്ങിന് യൂസ് ചെയ്യാം സോഷ്യൽ സ്മോൾ ഗ്രൂപ്പ്സിൽ നമ്മൾ യൂസ് ചെയ്യാം ഇൻസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചിൽ യൂസ് ചെയ്യാം അപ്പോൾ ഒരു ബിഹേവിയറൽ ചേഞ്ചിന് വേണ്ടിയിട്ടും അങ്ങനെ പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് അക്കാഡമിക് ആസ്പെക്ട്സിലും സ്മോൾ ഗ്രൂപ്പ്സിലൊക്കെ ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് സെഷൻ കൗൺസിലിങ്ങും അല്ലെങ്കിൽ സൈക്കോതെറാപ്പീസോ അപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇത്രയാണ് അതിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് പേഴ്സൺ സെൻറ്റേഡ് അപ്രോച്ചിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ഫോം ഫോർ പറഞ്ഞിരിക്കുന്നത് the narrative approach to assessment and counselling ആണ് കൗൺസിലിങ്ങിന് നമ്മൾ കൊഗ്നറ്റീവ് അപ്രോച്ചസോ സൈക്കോഡൈനാമിക് അപ്രോച്ചസ് അല്ലാതെ വേറൊരു മെത്തഡാണ് നെറേറ്റീവ് അപ്രോച്ചസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നെറേറ്റീവ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് സൈക്കോതെറാപ്പി ആണ് which give importance of story and language in the development of expression of personal and intra personal problems അപ്പോൾ പല രീതിയിലുള്ള വേർഡ്സോ നിറയെ സ്റ്റോറീസോ ലാംഗ്വേജസോ യൂസ് ചെയ്തിട്ട് മൈനർ ആയിട്ടുള്ള നമുക്ക് സിവിയർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസും സോൾവ് ചെയ്യാനല്ല ഒരു ഇൻ്റർപേഴ്സൺ ഇൻ്റർപേ ഒക്കെ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നറേറ്റീവ് അപ്രോച്ചസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗ്രാജുവലി എന്താ പറയുക ഒരു പ്രോബ്ലംസ് ഒരു ഷെയർ ചെയ്യുന്നു ഈ പറഞ്ഞിരിക്കുന്നതിൽ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മീനിങ് കൺസ്ട്ര പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്റർപ്രിറ്റേറ്റീവ് സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്യുന്നു ദെൻ അത് ആ ഇൻഡിവിജ്വൽസിൻ്റെ അടുത്ത് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അത് റൈറ്റിംഗ് പോയംസിലൂടെ ആയിരിക്കാം ബിബ്ലിയോതെറാപ്പി അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് ഇങ്ങനെ പല രീതിയിലുള്ള മെത്തേഡ്സിലൂടെയാണ് നറേറ്റീവ് അപ്രോച്ചസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇപ്പൊ അതിൽ പല മെത്തേഡ്സും പറയുന്നത് ഒന്ന് listening to the stories even കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പല രീതിയിലുള്ള മെസ്സേജസ് കൊടുക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള സ്റ്റോറി ടെല്ലിങ്ങിലൂടെയാണ് അപ്പോൾ പലപ്പോഴും ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി ടൈമിൽ ലിസണിങ് ടു സ്റ്റോറിയിലൂടെ ഇൻഡിവിജ്വൽസിന് നമുക്ക് ലഭിക്കുന്നത് അപ്പൊ അത് വെറുതെ ഒരു സ്റ്റോറീസ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല പക്ഷെ അവർക്ക് ആ ഒരു പ്രോബ്ലത്തിനെ സ്റ്റേറ്റ് ചെയ്ത് അവരുടെ പ്രോബ്ലത്തിന്റെ ഓരോ സ്റ്റേജസ് മനസ്സിലാക്കി എവിടെയാണ് ചേഞ്ചസ് വരേണ്ടത് എന്ത് രീതിയിലുള്ള ഒരു ആസ്പെക്റ്റിലാണ് ഒരു ചേഞ്ചസ് വരേണ്ടത് അവിടെ കൾച്ചറൽ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാകും സോഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടായിരിക്കും അവരുടെ വാല്യൂ സിസ്റ്റം ഉണ്ടായിരിക്കും അവരെ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടായിരിക്കും ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ സ്റ്റോറി അവിടെ ഫ്രെയിം വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ടും അവര് അവരോടത്ത് ഇപ്പൊ ക്ലയൻസ് പറയുന്ന ഓരോ സ്റ്റോറീസ് ആയാലും അവരിനെ ബേസ് ചെയ്തിട്ട് അവരുടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാനും അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനും അവരുടെ ആറ്റിറ്റ്യൂഡ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും ഓക്കെ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള തെറാപ്പിസ്റ്റും ഈ പറഞ്ഞിരിക്കുന്ന ക്ലയന്റും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറി ടെല്ലിങ്ങിലൂടെയാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള സെഷൻസ് അവിടെ കണ്ടു കൊണ്ടുപോകുന്നത് which involves working with the people who are stuck in problems, uh, saturated stories that they all tell themselves, and also that which the society has told them, as well as about themselves, as to who they are and what their lifes signify extra അപ്പോൾ പല രീതിയിലുള്ള പല ആസ്പെക്ട്സിലുള്ള സ്റ്റോറീസ് ആയിരിക്കും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും the key beliefs about the narrative approaches എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ people or clients are experts who can can handle their own lifes and its problems അപ്പൊ അവർക്ക് തന്നെ അവരുടെ പ്രോബ്ലത്തിനെ കുറച്ചും കൂടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കാം the therapy views problems are separate entities to people അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു പ്രോബ്ലത്തിനെ ഒന്നും കൂടി അനലൈസ് ചെയ്യാനും വേറൊരു രീതിയിൽ അതിനെ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ സൊല്യൂഷൻസ് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ചസ് ഉണ്ടായിരിക്കാം then the therapeutic approaches place the individual in both protagonistic and other roles അത് വേറൊരാളായിട്ട് അതിനെ വിമർശിക്കുക അല്ലെങ്കിൽ ഒരു ഓദർ എന്നുള്ള രീതിയിൽ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു ഒരു സോഷ്യൽ സിറ്റുവേഷൻസിലോ കൾച്ചറൽ സിറ്റുവേഷൻസിലോ ആ സ്റ്റോറിയുടെ റെലവൻസ് എന്താണ് അതിനൊരു തീം പ്രൊവൈഡ് ചെയ്യുക അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുക ഒരു എൻഡിങ് പോയിന്റ് ഉണ്ടായിരിക്കുക അപ്പൊ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് ആ ഇൻഡിവിജ്വലിന് ഉണ്ടാകുന്ന എല്ലാ രീതിയിലുള്ള ബിഹേവിയറൽ ആസ്പെക്ട്സും എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിൽ കീ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഡേവിഡ് എബ്സ്റ്റൻ ആണ് ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ചസ് കൂടുതലായിട്ടും കൊണ്ടുവരുന്നത് and this are sums called problem saturated stories എന്നാണ് ഇതിന് പറയുന്നത് the problem saturated stories also become identities that is I have always been a depressed person I am hopeless അപ്പോൾ അവർ സ്റ്റോറീസിൽ ഇത്തരത്തിലുള്ള വേർഡ്സ് അവരുടെ ഹോപ്സ് കമ്മിറ്റ്മെന്റ്സ് വാല്യൂസ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതലായിട്ടും ഇങ്ങനെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള സ്റ്റോറീസിനെയാണ് നമ്മൾ ക്ലയന്റിന്റെ ഭാഗത്തുനിന്ന് കേൾക്കേണ്ടി വരിക ആ സ്റ്റോറീസിനെയാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത് റീസ്ട്രക്ചർ ചെയ്യാനും അവരോട് തന്നെ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും പറയുന്നത് അതിനുശേഷം സ്ലോലി ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് ഫ്രെയിം വർക്കിൽ നിന്നും മാറി ഒരു പോസിറ്റീവ് ഫ്രെയിം വർക്കിലോട്ട് ആ ഒരു സ്റ്റോറീനെ മാനി മാറ്റാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഈ ഒരു നെറേറ്റീവ് തെറാപ്പിയിലൂടെ ഒക്കെ അവർ ഉദ്ദേശിക്കുന്നത് the fundamentals of narrative therapy the fundamentals ആയിട്ട് പറഞ്ഞിരിക്കുന്നത് emotional cognitive and spiritual perspective of person are usually combined in order to are meaning to an event ഇപ്പൊ പല രീതിയിലുള്ള ആസ്പെക്ട്സും സോഷ്യലായിട്ടും ഇമോഷണലായിട്ടും അല്ലെങ്കിൽ കോഗ്നറ്റീവ് വൈസ് ആയിട്ടും സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഈ ഒരു നെറേറ്റീവ് തെറാപ്പിയിൽ ഇൻവോൾവ്ഡ് ആവുകയും അതിനനുസരിച്ചിട്ട് അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു then techniques and objectives of narrative therapy um, externalizing the അതായത് ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് they examine the story and look for other ways to tell it differently ഒരു പ്രോ ഒരു സ്റ്റോറി പറയുന്നു എന്നിട്ട് അതിനെ വേറെ പല രീതിയിലും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നു അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നെറേറ്റീവ് തെറാപ്പിയിൽ എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് രണ്ടാമത് റീസ്ട്രക്ചറിങ് ദ സ്റ്റോറി അപ്പൊ അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അതിനെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് പറയുന്നു അപ്പൊ അതിന് അങ്ങനെയുള്ള ഒരു ഔട്ട്കം അങ്ങനെയുള്ളൊരു ടേണിംഗ് പോയിന്റ് അവിടെ ഇല്ലാതിരുന്നുവെങ്കിൽ നിങ്ങൾ ഹോപ്പ്ലെസ് അല്ലാതിരുന്നുവെങ്കിൽ what will be the result അങ്ങനെ ബേസ് ചെയ്തിട്ട് ഒരു റീസ്ട്രക്ചറിങ് സ്റ്റോറിയിലോട്ട് ഇൻഡിവിജ്വൽസിനെ ലീഡ് ചെയ്യുന്നു ദെൻ യുണീക്ക് ഔട്ട്കംസ് ക്രിയേറ്റ് ചെയ്യാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഔട്ട്കംസ് ഓരോ സ്റ്റോറിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറയുക then alternative narratives the focus on the alternative different ഒബ്ജക്റ്റീവ്സിനെ ഡിഫറെന്റ് ബേസിൽ ഓരോ സ്റ്റോറീസും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നു അപ്പോൾ ഓരോ സ്റ്റോറീസിനും ഒരു കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ഓരോ സ്റ്റോറീസിനും ഒരു ഫോക്കസിങ് ആസ്പെക്ട് ഉണ്ടായിരിക്കും അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ സ്റ്റോറീസും ഫ്രെയിം വർക്ക് ചെയ്യുന്നത് ആൻഡ് ആ സ്റ്റോറീസ് ഫ്രെയിം വർക്ക് ചെയ്തതിന് ശേഷം അതിന് ഇവാലുവേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നു ആ ഇവാലുവേഷനെ ബേസ് ചെയ്തിട്ട് അത് റീസ്ട്രക്ചർ ചെയ്യേണ്ടതാണോ അത് മോഡിഫൈ ചെയ്യേണ്ടതാണോ എന്ന് നോക്കുന്നു ദെൻ നെഗറ്റീവ് തെറാപ്പിയിൽ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയുന്നത് പലപ്പോഴും പല ഒക്കേഷൻസിലും തെറാപ്പിസ്റ്റ് എക്സ്പേർട്ട് ആകുന്നതിനും ക്ലയൻറ്റ് എക്സ്പെക്ട് ചെയ്യും തെറാപ്പിസ്റ്റ് എക്സ്പേർട്ട് ആകുന്ന ഒരു റോൾ എടുക്കാനായിട്ട് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ആകാനുള്ള റോൾസ് വരാറുണ്ട് അത് ചിലപ്പോൾ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസിന്റെ ഭാഗമായിട്ടും സാധിക്കാറുണ്ട് അപ്പൊ പലപ്പോഴും ഒരു ബൗണ്ടറീസ് ആയിട്ട് ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ intellectual capacities how to deal with such situations ഒരു സ്റ്റോറീനെ ഏറ്റവും കൂടിയും ഇന്റലക്ച്വലി അതിനെ ഫ്രെയിം വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റീസ് ഉള്ള വ്യക്തികളായിരിക്കണം അതിന് ആയിട്ട് വരേണ്ടത് പിന്നെ പറയുന്നത് ദ ലീഡിംഗ് റോൾ എന്ന് പറയുന്നത് the most important aspect of narrative therapy is to empower the client ഇപ്പൊ ക്ലയന്റ് ഒരു എക്സ്പെർട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ക്ലയന്റിനാണ് അവിടെ ഒരു റീസ്ട്രക്ചറിങ്ങും അതേപോലെ തന്നെ അതിനെ ഒരു ഡിഫറെന്റ് വേയിൽ അതിനെ എക്സ്പ്രസ് ഒരു റോള് വരുന്നത് അപ്പോൾ ക്ലയന്റിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു പ്രോബ്ലത്തിനെ സാച്ചുറേറ്റഡ് ആക്കുന്നതും ഒരു ഗോൾസ് ഓറിയന്റേഷണൽ പ്രോസസ്സിലോട്ട് പോകുന്നതും പിന്നെ കീ അസംഷൻസ് എന്ന് പറയുന്നത് client and the problem. The client is not defini defined by the problem that the present in the therapy settings അപ്പോൾ ഒരു സ്റ്റോറിയാണ് അവിടെ പറയുന്നത് അപ്പോൾ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ പ്രധാനമായിട്ടും ആ ക്ലയൻറ്റ് ക്ലയൻറ്റിൻ്റെ തന്നെയുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കാം കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം കോൺഫ്ലിക്ട്സ് ആയിരിക്കാം അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് പറയുന്നത് and it is the clients competencies ആണ് ക്ലയന്റ് അത്രയും റിസോഴ്സ്ഫുൾ ആണെങ്കിൽ ക്ലയന്റ് അത്രയും കോമ്പറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഓൾട്ടർനേറ്റീവ്സ് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും and clients acceptance the change takes place when the client accept it അപ്പോൾ നമ്മുടെ സ്റ്റോറീസ് ആണ് ക്ലയന്റിന്റെ സ്റ്റോറീസ് ആണ് ക്ലയന്റിന്റെ ഇമോഷൻസും ഇമോഷണൽ പ്രോബ്ലംസും ബിഹേവിയർ ഇഷ്യൂസും ഒക്കെയാണ് ഒരു സ്റ്റോറി ആയിട്ട് വരുന്നത് അപ്പൊ എപ്പോഴാണോ ആ ക്ലയന്റ് ആ സ്റ്റോറിനെ റീസ്ട്രക്ചർ ചെയ്ത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നത് അത്രയും ആണ് ആ ഒരു നെറേറ്റീവ് തെറാപ്പിയുടെ ഒരു ഒരു ബഞ്ച് ഓഫ് സക്സസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കാം then ഗോൾസ് ആയിട്ട് പറയുന്നത് ഗോൾ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the first goal is to invite people and make them aware about the stories of their life and facilitate them to share the same with therapist or the counsellor അപ്പൊ ആദ്യം നമുക്ക് നമ്മളുടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാം അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഗോൾ സെക്കൻഡ് ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ to make aware the impact that the culture has on people living it നമ്മളുടെ ചുറ്റുപാടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് എത്രമാത്രം നമ്മളുടെ തോട്ട്സിനെ നമ്മളുടെ ലൈഫിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക then third goal is to enlarge the perspective of life നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് റീസ്ട്രക്ചറിങ് പ്രോസസ്സ് അവിടെ നടക്കേണ്ടതുണ്ട് ഒരുപാട് ആക്സെപ്റ്റൻസ് അവിടെ വരേണ്ടതുണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള ഡിസ്കഷൻസും ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് അതിനെ വാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ഓഫ് ലൈഫിനെ എൻലാർജ് ചെയ്യുന്ന ഒരു ഗോളാണ് തേർഡ് എന്ന് പറയുന്നത് and fourth goal is to find the alternative to the stories that the client have and holdings of are about their life അവർക്ക് വേറെ ഡിഫറെന്റ് ആംഗിളിൽ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതിനെ എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആൾട്ടർനേറ്റീവ്സ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത് അതിൽ പല സ്റ്റെപ്സിലൂടെയാണ് ഈ ഗോൾസ് അറ്റൈൻ ചെയ്യുന്നത് ഒന്ന് naming the problem what is എന്താണ് പ്രോബ്ലം ആ സ്റ്റോറീസിൽ കൂടുതലായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ടേം എന്താണ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം എന്താണ് I am I am powerless അല്ലെങ്കിൽ ഐ ആം അൺസക്സസ്ഫുൾ പേഴ്സൺ എന്നുള്ളതൊക്കെയാണ് അപ്പൊ അതായിരിക്കും ആ പ്രോബ്ലത്തിന്റെ നെയിമിങ് എന്ന് പറയുന്നത് discussion on the depth and intensity of the problem how far the individual are saying that he is not uh, successful uh, അപ്പോൾ എത്രമാത്രം അവർക്ക് ആ ഒരു പ്രോബ്ലംസ് um, എന്താ പറയുക ഏതൊക്കെ ഏതൊക്കെ ഏരിയാസിലെ ഏതൊക്കെ ഫങ്ഷണൽ ഏരിയാസിൽ അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്നുണ്ട് and to encourage the client to have an alternative way to look at the story different ആയിട്ടുള്ള ഡയമെൻഷൻസിൽ നോക്കാനുള്ള കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക imagine change your life once your life has been change as an successful person so what will you do എന്നുള്ള രീതിയിലുള്ള ഒരു ഇമാജിനേഷൻ പെർസ്പെക്ടീവ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യാം then the client is encourage to create an audience to support the new story അത് അവരുടെ വേറൊരു സിറ്റുവേഷനിൽ അത് പ്രസന്റ് ചെയ്യുക അങ്ങനെ അവർക്കൊരു വാലുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള പല സ്റ്റെപ്സിലൂടെയാണ് ഗോൾസിലോട്ട് റീച്ച് ചെയ്യുന്നത് ആൻഡ് തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഗുഡ് ഫെസിലിറ്റേറ്റർ ആയിരിക്കണം കെയറിങ് ടുവാർഡ്സ് ക്ലയൻറ്റ് ക്ലയൻറ്റിൻ്റെ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് he's an accepting and receiver and make good clarifications and suggestions for the clients stories അതന്നെ റോൾ ഓഫ് തെറാപ്പിസ്റ്റ് പറയുന്നത് and the therapeutic relationship should be acceptable വളരെ ക്യൂരിയസ് ആയിരിക്കുക ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കാം ആൻഡ് മോസ്റ്റ് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് തെറാപ്പിസ്റ്റിന്റെ റോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പല ടെക്നിക്സും ഈ നെറേറ്റീവ് കൗൺസിലിങ്ങിൽ യൂസ് ചെയ്യാം ക്വസ്റ്റ്യനിങ് ടെക്നിക്ക് യൂസ് ചെയ്യാം എന്തുകൊണ്ട് സ്റ്റോറീസ് ഇങ്ങനെയായി അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ അങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ മെത്തേഡിലൂടെ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറീസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യാം ദെൻ എക്സ്പ്ലോറേഷൻ ആൻഡ് ഡീകൺസ്ട്രക്ഷൻ അതായത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അത് അതിനെ വിശദീകരിക്കാൻ അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ഉണ്ടായെന്ന് കാര്യകാരണ സഹിതം കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യുക അപ്പോൾ അത് ചെയ്യുമ്പോഴായിരിക്കും അതിൽ എന്തെങ്കിലും ലോജിക്കൽ സെൻസ് ഉണ്ടോ ഇല്ലോജിക്കൽ ആണോ റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് ക്ലയൻറ്റിനെ അനലൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ദെൻ സെക്കൻഡ് പേഴ്സൺസ് കോൺട്രിബ്യൂട്ട് അത് എന്തൊക്കെ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളതിൽ പ്രൊവൈഡ് ചെയ്യുക then search for the unique outcomes different ആയിട്ടുള്ള ഒരു ഔട്ട്കംസ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും ഇത് മാത്രമാണോ നമുക്ക് ഒരു ഔട്ട്കം ആയിട്ടുള്ളത് like what do you think that tells me about what do you wanted in your life and what you have been trying in your life അപ്പൊ അവരുടെ ആ ഒരു സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് കുറച്ചും കൂടി ഇന്നവേറ്റീവ് ആയിട്ട് അതിനെ സജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മെത്തേഡ്സ് എന്താണോ ഓൾട്ടർനേറ്റീവ്സ് എന്താണോ അതിലോട്ട് കൊണ്ടുവരിക then alternative stories and re authoring then documenting the evidence അപ്പോൾ ജേണൽ റൈറ്റിങ്ങോ പോയട്രിയെ പോലെ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇവാലുവേഷൻ അവർക്ക് നടത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെത്തേഡാണ് അതായത് സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ക്ലയൻസിന്റെ ഒരു ഒരു കൊഗ്നേറ്റീവ് തെറാപ്പി പോലെയാണ് ഇതൊരു നെറേറ്റീവ് സ്റ്റോറിയാണ് അപ്പം അതിനനുസരിച്ചിട്ട് ക്ലയൻറ്റിന് തന്നെ ക്ലയൻറ്റിന്റെ സ്റ്റോറിയിലൂടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെറേറ്റീവ് അപ്രോച്ചസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് അസസ്മെന്റ് ഓഫ് ഡിഫറെൻറ്റ് കൗൺസിലിംഗ് അപ്രോച്ചസിൽ പറയുന്നത്